ഓക്കെ തുടങ്ങാം അപ്പോ ഓക്കെ ഞാൻ ചാറ്റ് ബോക്സിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പലതരത്തിൽ ഒബിയുമായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബിഹേവിയർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ പലതരത്തിൽ ബന്ധപ്പെടുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കുന്നു പൊതുവെ ക്ലിനിക്കൽ അല്ലെങ്കിൽ കൗൺസിലിംഗ് ഏരിയകളെക്കാൾ കൂടുതൽ ആളുകൾ വളരെ കുറവായിരിക്കും ഒബി സ്പെഷ്യലൈസേഷനിൽ വരിക താനും അപ്പോൾ ചില കസ്റ്റമറി ആയിട്ടുള്ള പിന്നെ പരിചയപ്പെടുത്തലും മറ്റുമൊക്കെയാണ് ആദ്യ ഭാഗത്തുള്ളത് അത് ഒന്ന് അപ്പൊ ഇത് ഇത്തരം ഈ ഡെഫിനിഷനുകൾ പലതരത്തിലുള്ള ഡെഫിനിഷനുകൾ നമുക്ക് പരീക്ഷയുടെ ഒരു ആവശ്യത്തിനായിട്ട് പലപ്പോഴും ഈ പതിനഞ്ച് മാർക്കിന്റെ ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ വേണ്ടി വരാവുന്നതാണ് അപ്പൊ അതിന് റോബിൻസിന്റെ റോബിൻസിന്റെ പുസ്തകം യൂണിവേഴ്സിറ്റികളിലൊക്കെ മിക്കവാറും ഒക്കെ ആളുകൾ റോബിൻസിന്റെയും റോബിൻസ് ആൻഡ് ജഡ്ജ് അവരുടെയൊക്കെ പുസ്തകങ്ങളാണ് സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യാറ് ഒ ബിയുടെ പേപ്പറുകൾക്കായിട്ട് പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജിക്കും ഒ ബിക്കും പ്രിഫർ ചെയ്യാറുള്ളത് ഓക്കെ നമ്മുടെ ചാറ്റ് ബോക്സിൽ അറ്റൻഡൻസ് ഷീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ റോബിൻസിന്റെ ഒരു ഡെഫിനേഷൻ ഓർഗനൈസേഷൻ എന്നുള്ളതിന് അതൊരു കോൺഷ്യസ്ലി കോർഡിനേറ്റഡ് സോഷ്യൽ യൂണിറ്റ് ആണ് എന്നുള്ളതാണ് അത്തരം ഒരു സോഷ്യൽ യൂണിറ്റിൽ രണ്ടോ അതിലധികമോ ആളുകൾ ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ തവണത്തെ ഒരു ആവശ്യത്തിനായിട്ട് ഒരു ഒരു സ്ഥലത്ത് ഒരു ഒരു എന്തെങ്കിലും ഒരു കാഴ്ച കാണാൻ വേണ്ടി ഓടിക്കൂടുന്ന ആൾക്കൂട്ടം പോലെ എന്നല്ലാതെ റിലേറ്റീവ്ലി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചെങ്കിലും സ്ഥിരതയോടുകൂടി ഒരുമിച്ച് കൂടുന്ന ആളുകൾ അവർക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ആ കൂട്ടത്തിന് എത്തിച്ചേരേണ്ട ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും അവർക്ക് നേടിയെടുക്കേണ്ട ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ലക്ഷ്യ ലക്ഷ്യമോ ലക്ഷ്യങ്ങളുടെ കൂട്ടമോ ഉണ്ടാവും അത്തരത്തിൽ ഉള്ള ചില ആവശ്യങ്ങളൊക്കെയായിട്ട് ഒരുമിച്ച് കൂടുന്ന ആളുകളെ എന്തിനേയും നമുക്ക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷനിലേക്ക് വരുത്താമെന്നുള്ളതാണ് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെ ഇപ്പോൾ ഒ ബിയിൽ വന്നിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിന് ഒരു ചരിത്രം കൂടിയുണ്ട് ഒരു കാലത്ത് മനുഷ്യരെ യന്ത്രങ്ങളെ പോലെ കണ്ട് അവരെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുകയൊക്കെ ചെയ്യാനുള്ള ശ്രമങ്ങളുടെ നിന്നാണ് അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങളുടെ പിന്തുടർച്ചയായിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന തരം ഡെഫിനേഷനിലേക്ക് അത് വന്നിട്ടുള്ളത് ഓർഗനൈസേഷൻ എന്താണെന്നുള്ളതും ഓർഗനൈസേഷൻ ബിഹേവിയർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജി എന്താണെന്നും ഒക്കെ ഉള്ളതിന്റെ ഡെഫിനേഷനുകൾക്ക് അങ്ങനെ ഒരു ഒരു ചരിത്രം കൂടിയുണ്ട് അപ്പോൾ ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറയുന്ന ശാഖയുടെ പിന്നെ ഡെഫിനിഷൻ അത് scientific study of individual and group behaviour in formal organisation settings എന്നാണ് അപ്പോൾ തൊട്ട് മുകളിൽ പറയുന്ന ഓർഗനൈസേഷൻ എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആവും താഴെ ഓർഗനൈസേഷൻ സൈക്കോളജിയിലെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിന്നെ ഓർഗനൈസേഷൻ മനസ്സിലാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ സെറ്റിംഗ് എന്ന് തന്നെയാണ് അവിടെ പറയുക അത് കുറേയൊക്കെ എവിടെയാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻ സെറ്റിങ്സിലാണ് എന്നുള്ള ഡെഫിനിഷൻ വരുന്നത് ഒരിക്കലും സൈക്കോളജിക്ക് അങ്ങനെ സൈക്കോളജി ആസ് സച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ ബിഹേവിയറിനെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഫോർമൽ ഓർഗനൈസേഷനോ ഇൻഫോർമൽ ഓർഗനൈസേഷനോ വ്യത്യാസമില്ല പക്ഷേ പ്രൊഫഷൻ എന്ന നിലയിൽ അത് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഇത്തരത്തിൽ ഫോർമൽ സെറ്റിംഗ്സിൽ ആയതുകൊണ്ടാണ് ഓർഗനൈസേഷൻ സൈക്കോളജിക്ക് അത്തരമൊരു ഡെഫിനിഷൻ ഉണ്ടാവുന്നത് തന്നെ സച്ച് നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ ജനറൽ സൈക്കോളജിയിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ തന്നെ സൈക്കോളജിയുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സൈക്കോളജി ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ജനറലാണ് ഇനി ഓർഗനൈസേഷൻസിനെ മനസ്സിലാക്കാൻ അതായത് എങ്ങനെ ഓർഗനൈസേഷനുകളെ മനസ്സിലാക്കുന്നതിന് ഗാരറ്റ് മോർഗൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കുറച്ച് മെറ്റഫേഴ്സ് ഉണ്ട് അതായത് ഉപമകൾ ഓർഗനൈസേഷനുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന് അത് ഇത് എന്താ പറയുക ഓർഗനൈസേഷനുകളുടെ ഡെഫിനിഷനോ മറ്റോ ഒന്നുമല്ല മറിച്ച് ഈ പലതരത്തിൽ ഓർഗനൈസേഷനുകളെ പിന്നെ വ്യൂ ചെയ്യാം അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇത് ഞാൻ ഈ പ്രസന്റേഷൻ പ്രധാനമായിട്ട് നിങ്ങളുടെ മെറ്റീരിയലിന്റെ സ്റ്റഡി മെറ്റീരിയലിനെ തന്നെ ആസ്പദമാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പൊ എന്റെ ഒരു ധാരണ കൂടുതൽ ആളുകളും അസൈൻമെന്റ് എഴുതാൻ ഉള്ളവരായിരിക്കും എന്നുള്ളത് കൂടിയായിരുന്നു അപ്പോൾ പലപ്പോഴും നമ്മുടെ പിന്നെ ഇഗ്നോയുടെ മെറ്റീരിയലിനകത്ത് വരുന്നതിനകത്ത് കുറച്ചുകൂടെ വ്യത്യസ്തമായ വിവരങ്ങൾ നമ്മൾ കുറച്ചും കൂടെ പിന്നെ ഇന്റർനെറ്റിലെ സോഴ്സുകളിലേക്ക് പോയാൽ കിട്ടാറുണ്ട് പ്രത്യേകിച്ചും സേജിന്റെ മറ്റൊക്കെ ഹാൻഡ് ബുക്കുകൾ അത്തരം സ്ഥലങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണ് കുറച്ചുകൂടെ പലപ്പോഴും ഏതെങ്കിലും ഒരു സോഴ്സിനെ ആധാരമാക്കിയായിരിക്കും നമ്മുടെ നമ്മുടെ മെറ്റീരിയൽ ഉണ്ടാകുന്നതെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ് അതിനെപ്പറ്റിയും വരുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ചർച്ച ചെയ്യാം പ്രത്യേകിച്ചും ഒരുപക്ഷെ പരീക്ഷ പാസ്സായി പോകാനായിട്ട് ഒരുപക്ഷെ ഇഗ്നോയുടെ മെറ്റീരിയൽ മാത്രം മതിയാവും എങ്കിലും കുറച്ചുകൂടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഈ സാധനങ്ങളെ കാണാനോ പിന്നീട് ഫർദർ റിസർച്ചിനോ ഒക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മറ്റ് മെറ്റീരിയലുകൾ മറ്റേ മറ്റ് സോഴ്സുകളൊക്കെ നോക്കുന്നത് നന്നാവും എന്ന് തോന്നുന്നു എന്തായാലും മോർഗൻ ഒരു എട്ട് മെറ്റഫറുകൾ എട്ട് ഉപമകൾ വെച്ചിട്ടാണ് ഓർഗനൈസേഷനുകളെ മനസ്സിലാക്കാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എട്ട് എട്ട് ഉപമകളാണ് ഓർഗനൈസേഷനെ മനസ്സിലാക്കാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഓർഗനൈസേഷൻ ആസ് മെഷീൻ എന്നുള്ളതാണ് അതായത് യന്ത്രങ്ങളെ പോലെയാണ് സംഘങ്ങൾ സംഘടനകൾ എന്നുള്ളതാണ് ആദ്യത്തെ മെറ്റഫർ അത് യന്ത്രങ്ങളുടെ കാര്യം നമുക്കറിയാം യന്ത്രങ്ങൾക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള പിന്നെ ഘടകങ്ങൾ ഉണ്ടാവും ഈ ഓരോ ഘടകങ്ങൾക്കും കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും മൊത്തത്തിൽ ഈ യന്ത്രം എന്ന് പറയുന്നതിന് അതിൻ്റെതായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും ഒരു യന്ത്രം ഇപ്പോൾ ഒരു ഒരു ഒരു ഓട്ടോമൊബൈൽ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ ആ എഞ്ചിന് ഒരുപാട് പാർട്ടുകൾ ഉണ്ടാവും ഈ ഓരോ പാർട്ടുകൾക്കും അതിൻ്റെതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും ഒപ്പം ഈ പാർട്ടുകൾ എല്ലാം കൂടെ ചേർന്ന് ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ആ യന്ത്രം എന്താണോ ചെയ്യേണ്ടത് അത് സംഭവിക്കുക മാത്രവുമല്ല ഈ പിന്നെ ഓരോ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ഓരോ പാർട്ടിനും കൃത്യമായിട്ടുള്ള ഓർഡർലി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒന്നിനു ശേഷം മറ്റൊന്ന് എന്ന തരത്തിലേക്ക് പിന്നെ അവ ഡിഫൈൻ ചെയ്തപ്പെട്ടിരിക്കുക അപ്പൊ ഇടയ്ക്ക് ഏതെങ്കിലും ഒരെണ്ണം അതിന്റെ പണി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മൊത്തം പ്രവർത്തനത്തെ ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുകയും ചെയ്യും അത്തരത്തില് ഒരുപക്ഷെ ഏറ്റവും ഏറ്റവും ക്രൂഡായിട്ടുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ പറഞ്ഞ ഓർഗനൈസേഷൻ ആസ് എ മെഷീൻ എന്നുള്ളത് മറ്റൊരു അപ്പൊ ഇങ്ങനെ കാണുന്നതിനകത്തുള്ള ചെറിയ പ്രശ്നം പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വ്യക്തികൾക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല അവിടെ അവിടെ ഈ വ്യക്തികളൊക്കെയും പാർട്ടുകളാണ് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു ഗിയർ ബോക്സ് മാറ്റണമെങ്കിൽ ആ ഗിയർ ബോക്സ് എടുത്ത് മാറ്റി വേറെ ഗിയർ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന്റെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും അപ്പൊ ഈ എടുത്ത് മാറ്റുന്ന ഗിയർ ബോക്സിനോട് പ്രത്യേകിച്ച് പിന്നീട് ആ സ്കീമിൽ തന്നെ പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഈ മെഷീനുകളെ പോലെ ഓർഗനൈസേഷനുകളെ കാണുന്നതിനുണ്ട് പക്ഷെ കണക്ക് കൂട്ടിയെടുക്കാനും നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ തീരുമാനിക്കാനും ഡെഡ് ലൈനുകൾ വെക്കാനും ഒക്കെ ഈ ഒരു വ്യൂ ഒരുപക്ഷെ വളരെയധികം സഹായിക്കും മറ്റൊന്ന് ഓർഗനൈസേഷൻ ആസ് ആൻ ഓർഗാനിസം എന്നുള്ളതാണ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ജീവികൾ ജീവിവർഗങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് ഓർഗാനിസങ്ങൾ അങ്ങനെയാണ് ഓർഗനൈസേഷൻ എന്നുള്ള മറ്റൊരു വ്യൂ ആണ് അതിന്റെ ഒരു പ്രത്യേകത ഈ ഓർഗാനിസങ്ങൾ ജീവവർഗങ്ങൾ ചുറ്റുമുള്ള എൻവയോൺമെന്റുമായിട്ട് നിരന്തരം പിന്നെ പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എൻവയോൺമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് എൻവയോൺമെന്റ് എങ്ങനെയാണ് ചുറ്റുമുള്ള അന്തരീക്ഷം എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഓർഗാനിസം അതിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ ജീവിത രീതികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇൻവോൾവ് ചെയ്യുന്നതും അഡാപ്റ്റേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിരന്തരം എൻവയോൺമെന്റുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുകയും എൻവയോൺമെന്റിന് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഓർഗാനിസങ്ങളുടെ ഒരു പൊതു സ്വഭാവം അത് തന്നെയാണ് എവല്യൂഷൻ എന്ന് പറയുന്ന ഉണ്ടാവുന്നത് തന്നെ അങ്ങനെയാണ് ഒരു പക്ഷേ അപ്പോ അത്തരത്തില് ഓർഗാനിസങ്ങളെ പോലെ എന്താ പറയുക ഓർഗനൈസേഷനെ കാണാനുള്ള മറ്റൊരു മെറ്റഫോർ ഉണ്ട് അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എല്ലാ ഇതിനകത്തെ മുഴുവൻ പാർട്ടുകളെയും ഒരൊറ്റ ഒരൊറ്റ ഭാഗമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഒന്നിനെ പെട്ടെന്ന് അങ്ങോട്ട് മുറിച്ച് മാറ്റിയെടുക്കാനൊന്നും കഴിയില്ല ഒരു പക്ഷേ ഒരു മെഷീൻ മെറ്റഫോറിനെ അപേക്ഷിച്ച് ഓർഗാനിക് ഓർഗാനിസം മെറ്റഫോർ കുറച്ചുകൂടെ ഇൻക്ലൂസീവ് ആണ് എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാ പാർട്ടുകളെയും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് തന്നെ ഈ പറഞ്ഞ പോലെ ഈ വസ്തുക്കളായിട്ടൊക്കെ കാണാതെ മറിച്ച് അവിടെ മനുഷ്യരുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ മനുഷ്യരെ പ്രധാനപ്പെട്ട പാർട്ടുകളായിട്ട് കാണാനും ഒക്കെയുള്ള ശ്രമം ഇത്തരത്തിലുള്ളൊരു മെറ്റഫറിനകത്തുണ്ട് ഇനി മറ്റൊന്നുള്ളത് ഓർഗനൈസ് ഓർഗനൈസേഷൻ ആസ് ബ്രെയിൻ ആണ് നമ്മുടെ തലച്ചോറ് പോലെ അല്ലെങ്കിൽ മനുഷ്യന്റെ അല്ലെങ്കിൽ മറ്റു ജീവികളുടെ തലച്ചോറ് പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് മറ്റൊരു മെറ്റഫർ അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും നമുക്ക് ഈ പറഞ്ഞ ബ്രെയിനിന് ഒരു സ്ട്രക്ചർ ഉണ്ടാവും ആ സ്ട്രക്ചറിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സുകൾ ഉണ്ടാവും അതിന്റെ സ്റ്റോറേജ് റിട്രീവൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാത്രവുമല്ല ഒരു ബ്രെയിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ബ്രെയിനിന് ക്രിയേറ്റിവിറ്റി എന്നൊരു ഭാഗം കൂടി ഉണ്ട് എന്നുള്ളതാണ് അതായത് പ്രത്യേകിച്ച് സെൻസ് ഓർഗനുകളിൽ കൂടെ വരുന്ന ഇൻഫർമേഷനുകളെ പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പലതും ഉണ്ടാക്കിയെടുക്കാനും ഭാവന ചെയ്യാനും ഒക്കെയുള്ള കഴിവ് തലച്ചോറിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് പക്ഷെ മനുഷ്യന്റെ തലച്ചോറിന്റെ വലിയൊരു പ്രത്യേകതയാണ് അപ്പൊ അത്തരത്തില് ക്രിയേറ്റിവിറ്റിയുടെയും ഫ്ലെക്സിബിലിറ്റിയുടെയും അപ്പോൾ ബ്രെയിനിന് തന്നെ പ്ലാസ്റ്റിസിറ്റി ഉള്ള ഒരു അവയവമാണ് ബ്രെയിൻ ബ്രെയിന് പഠിച്ചതിനെ മറക്കാനും പുതിയത് പഠിച്ചെടുക്കാനും അവയ്ക്ക് മാറ്റം വരുത്താനും ഒക്കെയുള്ള നിരന്തരം അത്തരം മാറ്റങ്ങൾ വരുത്താനുള്ള പിന്നെ കഴിവ് ഉള്ള ഒരു സാധനമാണ് ബ്രെയിന് അത്തരത്തിലുള്ള ചില കഴിവുകൾ കൂടി ഓർഗനൈസേഷനുകൾക്കുണ്ട് ഉണ്ടെന്ന് അംഗീകരിക്കലാണ് ഈ ബ്രെയിൻ മെറ്റഫർ കൊണ്ടുവരുന്നത് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ബ്രെയിൻ മെറ്റഫറിനെ പലതരത്തില് പിന്നെ പിന്നീട് മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് ഈ എന്താ പറയാ ഫങ്ഷനുകളുടെ ബ്രെയിൻ ബ്രെയിൻ്റെ ഫങ്ഷനുകളുടെ പ്രത്യേകത ഫങ്ഷനുകൾ നിരന്തരം ആവർത്തിച്ച് വരുന്ന ഫങ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ബ്രെയിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു ബ്രെയിൻ എങ്ങനെ ബ്രെയിൻ എങ്ങനെ അതിനോടൊക്കെ പൊരുത്തപ്പെടുന്നു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ വളരെ സാരമായി ബാധിക്കാവുന്ന ഘടകങ്ങൾ അത്രയേറെ അല്ലാത്ത ഘടകങ്ങൾ എന്തെന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെ പിന്നെ സ്വയം പുതുക്കാനുള്ള ബ്രെയിനിന്റെ കഴിവിനെ മനസ്സിലാക്കാനുള്ള ശ്രമമൊക്കെ ഇത്തരത്തിലുള്ളൊരു അത്ര അത്തരം മെറ്റഫോർ സ്വീകരിക്കുന്ന ഇടങ്ങളിൽ വരാറുണ്ട് മറ്റൊരു മെറ്റഫോർ ഓർഗനൈസേഷൻ ആസ് കൾച്ചർ എന്നുള്ളതാണ് അതായത് സംസ്കാരങ്ങൾ പോലെയാണ് ഓർഗനൈസേഷനുകൾ എന്നാണ് അപ്പൊ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ഉണ്ടാവുക ഒരു സംസ്കാരം എന്ന് പറയുന്നതിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ ഈ എല്ലാ സംസ്കാരങ്ങൾക്കും സ്വന്തമായിട്ട് എല്ലാ ആ സംസ്കാരത്തിൽപ്പെട്ട എല്ലാവരും ഏറെയും കുറഞ്ഞും വിശ്വസിക്കുന്ന കുറെ വിശ്വാസങ്ങൾ ഉണ്ടാവും അവർ കൊണ്ടു നടക്കുന്ന ചില ആശയങ്ങളും ഐഡിയോളജികൾ ഉണ്ടാവും അതുപോലെ ഈ ഈ ഓരോ സംസ്കാരത്തിന്റെയും വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ചില ആചാരങ്ങൾ അല്ലെങ്കിൽ റിച്വലുകൾ ഉണ്ടാവും അതുപോലെ പിന്നെ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ചില അസംഷനുകളും ഒക്കെ ഉണ്ടാവും ഓരോ കൾച്ചറിനകത്ത് ഇപ്പോൾ ഒരു ഒരു പ്രത്യേക കൾച്ചറിനകത്തുള്ള ഒരു വാക്കിന്റെ അർത്ഥം തന്നെ ആ കൾച്ചറിനകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുകയും മറ്റ് കൾച്ചറിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അത് ഏലിയനായിരിക്കുകയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ചില ചില ആചാരങ്ങൾ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ മിലിറ്ററിയിലോ പോലീസിലോ ഉള്ള സല്യൂട്ട് എന്ന് പറയുന്ന സാധനം അത് നമുക്കൊക്കെയും അതുമായിട്ട് അടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെ മിലിറ്ററിയിലെ വാർക്രൈ അല്ലെ മിലിറ്ററിയിലെ സല്യൂട്ട് എന്നൊക്കെ പറയുന്നതിന് നമുക്ക് നമ്മൾ കൊടുക്കുന്ന അർത്ഥമല്ല മിലിറ്ററിക്ക് അകത്തുള്ള ആളുകൾ കൊടുക്കുന്നത് ഓരോന്നിനും പിന്നെ അതിൻ്റെതായ വാല്യൂസ് ഉണ്ട് ഇത് ഇതിൽ പലതും ലംഘിക്കപ്പെടുന്നത് മോശമായിട്ട് കാണാം അത് പറഞ്ഞ പോലെ ഈ കൾച്ചറിന്റെ തന്നെ രീതി അനുസരിച്ച് ഈ പറഞ്ഞ ആചാരങ്ങളെ ലംഘിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ പിന്നെ കസ്റ്റംസ് കൃത്യമായി കൊണ്ടു നടക്കാത്ത ആളുകളോട് ആ കൾച്ചർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അതുപോലെ കൾച്ചർ എല്ലാ കൾച്ചറുകളുടെ അകത്ത് സബ് കൾച്ചറും ഉണ്ടാവും അപ്പൊ നമ്മൾ മൊത്തത്തിൽ മലയാളിയുടെ കൾച്ചർ എന്ന് പറഞ്ഞൊരു സാധനം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ പ്രാദേശികമായിട്ട് മതപരമായിട്ട് ഭാഷാപരമായിട്ടൊക്കെയുള്ള സബ് കൾച്ചറുകൾ വേറെ ഉണ്ടാവും അത് പിന്നെ പുതിയ തലമുറയുടെ കൾച്ചർ സബ് കൾച്ചറുകൾ വേറെ പഴയ തലമുറയുടെ സബ് കൾച്ചറുകൾ വേറെ എന്ന തരത്തിലൊക്കെ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഓർഗനൈസേഷനുകളുടെ അകത്തും ഈ പറഞ്ഞ പോലെ ഓർഗനൈസേഷനുകളെ തന്നെ മൊത്തത്തിൽ കൾച്ചറായിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെ അവയ്ക്കുള്ളിൽ സബ് കൾച്ചറുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യും അതുപോലെ ഓർഗനൈസേഷനുകളെ പൊളിറ്റിക്കൽ സിസ്റ്റങ്ങളായിട്ട് കാണാൻ കഴിയും എന്ന മറ്റൊരു മെറ്റഫോർ അത് പിന്നെ പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ലോബിയിങ് ഗ്രൂപ്പുകൾ ഒക്കെ ഉള്ള ഒരു സിസ്റ്റമായിട്ട് ഇവ തമ്മിൽ പരസ്പരം നിരന്തരം സംഘർ സംഘർഷം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള സംഘർഷങ്ങളാവണമെന്നില്ല പലതരത്തിലുള്ള കൂട്ടത്തിൽ വാങ്ങലുകളും സംഘർഷങ്ങളും ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ രീതികൾ കൂടുതൽ അംഗീകരിക്കപ്പെടാം ചിലപ്പോൾ മറ്റേതിനെയൊക്കെ ചില തമസ്കരിക്കപ്പെടാം ഇങ്ങനെയൊക്കെയുള്ള വലിയ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന പൊളിറ്റിക്കൽ സിസ്റ്റങ്ങളായിട്ട് ഓർഗനൈസേഷനെ കാണാൻ കഴിയും അത്തരം സിസ്റ്റങ്ങളുടെ അകത്ത് സ്വാഭാവികമായിട്ടും അധികാരം പവർ എന്ന് പറയുന്ന സാധനത്തിന്റെ വലിയൊരു പ്രസക്തിയുണ്ട് പവർ ആരുടെ കയ്യിലാണ് ഏത് ഗ്രൂപ്പിന്റെ കയ്യിലാണ് പവർ ഉള്ളത് ആ പവർ കയ്യിലുള്ള ഗ്രൂപ്പ് എങ്ങനെയാണ് ഈ പവറിനെ ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്താ പറയുക ഒരു ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം മെറ്റഫറിനകത്ത് വളരെ പ്രധാനമാണ് അപ്പോൾ പലപ്പോഴും പിന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ ഇൻട്രസ്റ്റുകളായിരിക്കും ഓർഗനൈസേഷന്റെ മൊത്തം ഇൻട്രസ്റ്റ് ആയിട്ട് മാറുക അതെപ്പോഴും ഓർഗനൈസേഷന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആവണമെന്നൊന്നുമില്ല എന്ന എന്ന തരത്തിലൊക്കെ മറ്റൊന്ന് കുറച്ചുകൂടെ റീസെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പൊ ഒരു കഴിഞ്ഞൊരു പത്ത് രണ്ടായിരത്തിനൊക്കെ ശേഷം വളരെ കാര്യമായിട്ട് റിസർച്ച് നടക്കുന്ന ഏരിയ കൂടിയാണ് ഓർഗനൈസേഷൻ സൈക്കിക് പ്രസൻസ് ഈ സൈക്കിക് പ്രസൻസ് എന്ന വാക്കൊന്നുമല്ല നമ്മൾ കൂടുതലും അത്തരം റിസർച്ചിലൊക്കെ ഉപയോഗിക്കുന്നതെങ്കിലും അവിടെ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം സോഷ്യൽ കൺസ്ട്രക്ഷനാണ് അതായത് ഓർഗനൈസേഷനുകളുടെ അകത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷനുകളെ സംബന്ധിക്കുന്ന റിയാലിറ്റികൾ പലതും സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണെന്നുള്ളത് സോഷ്യൽ കൺസ്ട്രക്ഷന്റെ ഒരു പിന്നെ കൺസെപ്റ്റ് തന്നെ വളരെ പ്രസക്തമാകുന്നത് എൺപതുകൾക്ക് തൊണ്ണൂറുകൾക്ക് ശേഷമാണ് പ്രത്യേകിച്ചും ഈ പോസ്റ്റ് മോഡേണിസം എന്നൊക്കെ പറയുന്ന ഒരു ചിന്താധാര വന്നതിന് ശേഷമാണ് ഈ പിന്നെ കൺസ്ട്രക്റ്റഡ് റിയാലിറ്റികൾ അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്ഷനുകളെ പറ്റി നമ്മൾ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കുന്നത് അത് സോഷ്യൽ കൺസ്ട്രക്ഷനൊക്കെ പക്ഷേ നമ്മുടെ നമ്മുടെ സിലബസിനകത്ത് പൊതുവേ കുറവാണ് എങ്കിലും നമ്മുടെ ജനറൽ സൈക്കോളജി സിലബസിനകത്ത് വരേണ്ട സാധനങ്ങളാണ് ഈ സ്ട്രക്ചറലിസം ഫംഗ്ഷനിസം ഒക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫസ്റ്റ് ഇയറിൽ അത്തരം കാര്യങ്ങൾ അപ്പൊ അവിടെ അബ്സല്യൂട്ട് റിയാലിറ്റികൾ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ശരി തെറ്റുകൾ ഒന്നും കൃത്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സയൻസിന്റെ ഒരു മെത്തേഡിൽ പറയുന്ന പോലെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല എന്നും ഈ പറഞ്ഞ എല്ലാ റിയാലിറ്റികളും റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷന്റെ കോണ്ടെക്സ് നമ്മൾ എടുത്താൽ ഒരു ഓർഗനൈസേഷൻ അതിന്റെ പിന്നെ ചില മാറ്റങ്ങൾ വരുത്തുന്നു അല്ലെങ്കിൽ അവര് അവരൊരു എക്സ്പാൻഷൻ ശ്രമിക്കുന്നു അതല്ലെങ്കിൽ അവർ ഡൈവേഴ്സിഫിക്കാൻ ശ്രമിക്കുന്നു ഇതല്ലെങ്കിൽ പിന്നെ ഒരു ഓർഗനൈസേഷന് പിന്നെ ബാങ്ക്രപ്റ്റസിലേക്ക് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള മുഴുവൻ സംഭവങ്ങളുടെയും പിന്നില് ഈ ഓർഗനൈസേഷൻ അകത്ത് നടക്കുന്ന സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഒരു വാദമല്ല അത്തരത്തിലുള്ള ചില ചില ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് കോഗ്നിറ്റീവ് ബയാസുകളും മറ്റുമൊക്കെ വരും അതായത് ഇപ്പോ ഗ്രൂപ്പ് തിങ്ക് അല്ലെങ്കിൽ പിന്നെ ഫങ്ഷണൽ ഫിക്സർനെസ് ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ സൈക്കോളജിയിലെ ബുദ്ധിയുള്ള ഏത് മേഖലയാണെങ്കിൽ ആ മേഖലയിലെ പത്തും ഇരുപതും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യർ കൂടി ഇരുന്ന് ചിലപ്പോൾ വളരെ മോശം തീരുമാനങ്ങൾ വളരെ നമുക്ക് പിന്നീട് നോക്കുമ്പോൾ മണ്ടത്തരം എന്നൊക്കെ ഒരുപക്ഷെ ആളുകൾ പറയാവുന്ന തീരുമാനങ്ങൾ എടുക്കും എന്തുകൊണ്ടാണ് അത് എടുക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ മൊത്തം പേരുടെയും എക്സ്പെർട്ടീസ് ഒരുമിച്ച് വന്നിട്ടും അവരുടെ തീരുമാനങ്ങൾ ഇത്രയേറെ തെറ്റായി പോയതെന്നൊക്കെ പലപ്പോഴും ഒരുപാട് കമ്പനികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ചുറ്റും നമ്മൾ കാണാറുള്ളതാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഒക്കെ ഒരു പിന്നെ വിശദീകരണം ഈ പറഞ്ഞ സൈക്കിക് പ്രിസൺ മെറ്റഫറിനകത്ത് കിട്ടും അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ അകത്ത് നിൽക്കുന്ന ആളുകൾ പിന്നെ അവരുടെ കോഗ്നിറ്റീവ് ബയാസുകൾക്ക് അത് കൂട്ടമായിട്ട് ഇൻഡിവിജ്വലായിട്ടും കൂട്ടമായിട്ടും ഉള്ള അവരുടെ കോഗ്നിറ്റീവ് ബയാസുകളുടെ ഒക്കെ അടിമകൾ എന്നല്ല ഒക്കെ സ്വാധീനം അവരുടെ മേലുള്ളതും അതുകൊണ്ട് തന്നെ പിന്നെ അവരുടെ തീരുമാനങ്ങളൊക്കെ പലതരത്തിൽ ഒരു പക്ഷെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റും ഔട്ട് ഓഫ് പിന്നെ കാലഘട്ടത്തിന് വിരുദ്ധമായിട്ടൊക്കെ മാറിപ്പോകാം എന്നുള്ള ഒരു കാഴ്ചയാണ് മറ്റൊന്ന് ഫ്ലക്സ് ആൻഡ് ട്രാൻസ്ഫോർമേഷന്റെ പിന്നെ മെറ്റഫറാണ് ഈ ഫ്ലക്സ് ആൻഡ് ട്രാൻസ്ഫോർമേഷനും ഈ പറഞ്ഞ പോലെ ഈ അടുത്ത കാലങ്ങളിൽ വളരെ കാര്യമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാടാണ് അത് ലോകത്തിന്റെ മൊത്തം ഗതിയെ പറ്റി തന്നെയുള്ളൊരു ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരേ സമയം തന്നെ അതിനകത്ത് വലിയ ചേഞ്ചസ് സാധ്യമാണ് അത്തരം ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓർഗനൈസേഷന്റെ കാര്യത്തിൽ മാറാത്ത ചിലതുണ്ട് ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇനി എത്രയേറെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ യു എസ് ഒക്കെ പോലെയുള്ള വളരെ ക്ലോസ് ഒരു വളരെ ഓപ്പൺ എക്കോണമി അല്ലാത്ത ഒരു പക്ഷേ നമ്മൾ കാണുന്ന വളരെ ക്ലോസ്ഡ് എക്കോണമിയുള്ള രാജ്യങ്ങളെ അത്തരം ക്ലോസ്ഡ് ഇക്കോണമിയുള്ള ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന സ്ഥാപനങ്ങൾ എടുത്താൽ പോലും ഇവയൊക്കെയും ഒരു കുറച്ചുകൂടെ വലിയ ഒരു ലാർജർ ഹോളിന്റെ ഭാഗമാണെന്നും അപ്പൊ ഈ ഈ ചുറ്റുമുള്ള മുഴുവൻ മാറ്റങ്ങളും ഇവയൊക്കെ പലതരത്തിൽ ഈ ഓർഗനൈസേഷനുകളെ സ്വാധീനിക്കുന്നുണ്ടെന്നും ഒക്കെയുള്ള കാഴ്ചപ്പാടാണ് ഈ ഫ്ലെക്സ് ട്രാൻസ്ഫോർമേഷൻ മെറ്റഫറിന്റെ പിന്നിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ചൊക്കെ അത് പിന്നെ ഈ ഫ്ലെക്സ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ മെറ്റഫർ വളരെ റിയലിസ്റ്റിക് ആണ് എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട് അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ പലതും എത്ര എത്രയേറെ കരിസ്മാറ്റിക് ആയാലും എത്രയേറെ ട്രാൻസ്ഫോർമേഷൻ ആയ ലീഡർഷിപ്പ് ഉണ്ടായാലും ഒരു ലീഡർഷിപ്പിന് ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ഓർഗനൈസേഷനെ പിന്നെ സ്വാധീനതകളുണ്ടായെന്നും പിന്നെ ഏറ്റവും അങ്ങേയറ്റം പോയാൽ വലിയ ലീഡർമാർക്ക് സാധിക്കുക അകത്ത് ചുറ്റുമുള്ള ആളുകളെ ചെറിയ തരത്തിൽ നഡ്ജ് ചെയ്യുകയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമങ്ങളൊക്കെ പറ്റുള്ളൂ എന്നും അതല്ലാതെ വലിയ മാറ്റങ്ങൾ വലിയ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണെന്നും അതിന്റെ കാരണം ഈ പറഞ്ഞ പിന്നെ ഈ കണക്റ്റഡ്നെസ്സും ഒക്കെ ആണ് എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാട് ഈ ഫ്ലക്സ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ മെറ്റഫറിന്റെ പുറത്തുണ്ടായി വന്നിട്ടുണ്ട് നഡ്ജിങ് എന്താണ് നഡ്ജിങ് പറഞ്ഞ പോലെ സൈക്കോളജി പ്രത്യേകിച്ച് ഓർഗനൈസേഷൻ ബിഹേവിയർ ഒക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാർ പക്ഷെ വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ് ആണ് രണ്ടായിരത്തി പതിനേഴിൽ റിച്ചാർഡ് ടൈലർക്ക് നോബൽ സമ്മാനം കിട്ടിയത് അദ്ദേഹത്തിന്റെ നഡ്സ് തിയറി എന്ന് പറയുന്ന നഡ്സ് തിയറി ആസ്പദമാക്കി അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് ആയിരുന്നു ഒരു പക്ഷേ ഒബിയിലെ പിന്നെ സയൻസിൽ അല്ലെങ്കിൽ ഓബിയിൽ നമ്മൾ നമ്മൾ പഠിക്കുന്ന പരിചയപ്പെടുന്ന സയൻസ് ഏറ്റവും കൂടുതൽ പിന്നെ എഴുതപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ബിഹേവിയർ എക്കണോമിക്സിലാണ് പക്ഷെ ഒരുപക്ഷെ നമ്മുടെ പുസ്തകങ്ങളിൽ ബിഹേവിയർ എക്കണോമിക്സിന്റെ ഒരു പിന്നെ കണ്ടന്റ് വളരെ കുറവാണ് താനും അപ്പോൾ ഇത് ഞാൻ ജനറലായിട്ട് പറയുന്നതാണ് പിന്നെ ഈ വിഷയം അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വളരെ കാര്യമായിട്ട് പ്രയോഗിക്കപ്പെടുന്നത് കാണാൻ പലപ്പോഴും നമുക്ക് പിന്നെ ബിഹേവിയർ എക്കണോമിക്സിന്റെ രംഗത്തെ മാറ്റങ്ങളും അവിടെ വളർക്കുന്ന തിയറികളും ഒക്കെ ശ്രദ്ധിക്കേണ്ടി വരും എന്നുള്ളത് മറ്റൊന്ന് ഒരു കുറച്ചും ഈ പറഞ്ഞ പോലെ മറ്റ് പല കാര്യങ്ങളെയും ഇപ്പൊ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫോഴ്സസ് ഇത്തരം സാധനങ്ങളെ പറ്റി പറയുന്ന പോലെ തന്നെ ഓർഗനൈസേഷനെ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ഡോമിനേഷൻ ആയിട്ട് കാണാൻ കഴിയും എന്നുള്ള മറ്റൊരു മെറ്റഫറാണ് അത് പൊതുവെ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ ഓർഗനൈസേഷനുകളുടെ സംഘടനകളുടെ കാര്യത്തിൽ ഓർഗനൈസേഷനുകളുടെ കാര്യത്തിൽ നമ്മൾ പുറമേ അധികം അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അവയുടെ ചില ഒരു മറ്റൊരു വശം അല്ലെങ്കിൽ മറ്റൊരു മുഖം എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഈ പിന്നെ ചിലതരം ഐഡിയോളജികളുടെ അത് ഒരു ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയോളജി ആവാം അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ നടക്കുന്ന ഐഡിയോളജി ആവാം അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളാവാം ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഐഡിയോളജി അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസേഷനെ പലതരത്തിലായ ഓർഗനൈസേഷനകത്ത് അവരുടെ കൂടെയുള്ള മറ്റു മനുഷ്യർ താഴെയും മുകളിലും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരെ ഒക്കെ ഡോമിനേറ്റ് ചെയ്യുക ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓപ്പറേഷൻ ഒന്നും ആവണമെന്നില്ല എങ്കിലും പിന്നെ പലതരത്തിൽ ആ ഓർഗനൈസേഷനുകളെയും ചുറ്റുമുള്ള ആളുകളെയും ഒക്കെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് അതിനുള്ള ഒരു ടൂൾ ആയിട്ടാണ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അത് പലപ്പോഴും ഈ ഫാമിലി എന്റർപ്രൈസുകളുടെ കാര്യത്തിൽ പിന്നെ അതുപോലെ ഈ പിന്നെ വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനുകൾ നമ്മുടെ ഒരു പക്ഷേ പിന്നെ മിലിറ്ററി അതല്ലെങ്കിൽ ഈ പിന്നെ തീവ്രവാദ സംഘടനകൾ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ കൃത്യമായിട്ട് വളരെയധികം സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനുകളുടെ അകത്തൊക്കെ കാണാവുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പറഞ്ഞ അതിൻ്റെ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ഡോമിനേഷൻ ആയിട്ട് ഒരു ഓർഗനൈസേഷനെ ഉപയോഗിക്കുന്ന രീതി ഒന്ന് ഗാരറ്റ് മോർഗൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇത് എന്താ പറയുക ഒരു അൾട്ടിമേറ്റ് വ്യൂ ഒന്നുമല്ല ഗാരത് മോർഗൻ രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ഉരുത്തിരിച്ചെടുത്ത ചില മെറ്റഫറുകളാണ് പക്ഷെ ഇതിൽ പല മെറ്റഫറുകളും നമ്മൾ ഒരു പക്ഷേ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഓർഗനൈസേഷനുകൾ അതായത് നമ്മുടെ സ്വന്തം ഓർഗനൈസേഷനുകൾ അതല്ലെങ്കിൽ ഓർഗനൈസേഷൻ പിന്നിലുള്ള നമ്മളുടെ പൊതു കാഴ്ചപ്പാട് ഇതിനകത്തൊക്കെ ഇതിന്റെയൊക്കെ കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പല മെറ്റഫറുകളും ഈ ഓരോ മെറ്റഫറിന് ചേരുന്ന പലതരത്തിലുള്ള ഓർഗനൈസേഷൻ നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല ഏതെങ്കിലും ഒരു മെറ്റഫർ അതേപോലെ എടുത്ത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഇതിനകത്ത് ഏതെങ്കിലും ഒരു മോഡൽ മാത്രമാകും എന്നുമല്ല അതിന്റെ അർത്ഥം മറിച്ച് ഇതിൽ നമ്മൾ ഈ പറയുന്ന ഓരോ മെറ്റഫറിന്റെയും പല അംശങ്ങൾ ഓരോ ഓർഗനൈസേഷനകത്തും ഏറിയും കുറഞ്ഞും ഉണ്ടാവാം പലപ്പോഴും ചില ഈ പിന്നെ ഓർഗനൈസേഷന്റെ സ്വഭാവം അനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു രീതി ആയിരിക്കും അതിന്റെ അതിന്റെ ഏറ്റവും ഡോമിനേറ്റിംഗ് രീതി എന്നൊക്കെ ഉള്ളതാണ് അത്തരത്തിലൊക്കെയാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുക അല്ലെങ്കിൽ ഇത് പിന്നെ അബ്സല്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെയാണ് എല്ലാ അല്ലെങ്കിൽ ഏത് എല്ലാ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഓർഗനൈസേഷനും ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിൽ പെടും എന്ന തരത്തിലല്ല അതിനെ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള ഒരു പിന്നെ ഒരു ഒരു ഒരു പ്രധാന ഭാഗം പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമാണ് അതേ പറഞ്ഞ പോലെ പിന്നെ പിന്നെ തുടർന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ ഈ ഫീൽഡിന്റെ ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന ഫീൽഡിന്റെ ഒരു വളർച്ച അല്ലെങ്കിൽ വളർച്ചയിലെ പല ഘട്ടങ്ങളാണ് അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം വരുന്നത് പിന്നെ അതിനകത്ത് ഏർലി നയൻറ്റീൻ നയൻറ്റീസ് എന്ന് എഴുതിയിരിക്കുന്ന തെറ്റാണ് കേട്ടോ ഏർലി നയൻറ്റീൻ ഹൺഡ്രഡ്സ് ആണ് ആയിരത്തി തൊള്ളായിരം കഴിഞ്ഞ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തെ പറ്റിയാണ് പറയുന്നത് അവിടെ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഏറ്റവും സയന്റിഫിക് മാനേജ്മെന്റ് എന്ന വാക്കിനോട് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ചേർത്ത് വെക്കുന്ന ആ പേര് ഒരു പക്ഷേ ടൈലറുടേതാണ് എം ബി എ പഠിച്ചുള്ള ആളുകൾക്ക് ഇതിനകത്ത് എം ബി എ പഠിച്ചുള്ള ആൾക്കാരുണ്ടെങ്കിൽ എം ബി എ പഠിച്ചുള്ള എല്ലാവർക്കും അറിയാവുന്ന പേരായിരിക്കും ടൈലറുടേത് അപ്പോഴും ഇപ്പൊ എം ബി എ പുസ്തകങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം അത് അതും ഈ പറഞ്ഞ പോലെ വളരെ ജനറൽ ആയിട്ട് സൈക്കോളജിയിൽ നടന്നിട്ടുള്ള ഒരുപാട് പിന്നെ സെമിനർ ആയിട്ടുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പഠനങ്ങളെ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്കൊക്കെ വളരെ കാര്യമായിട്ട് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മെത്തറോളജിക്കൽ ഇഷ്യൂസിന്റെ പേരിൽ എത്തിക്കൽ ഇഷ്യൂസിന്റെ പേരിൽ അത് കൺഫോമിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളായിക്കോട്ടെ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള ഒരു പാരഡൈം ആണ് ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളത് അത് അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയി ഉന്നയിക്കപ്പെടുന്ന ഒരു ഒരു വിമർശനം ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് അദ്ദേഹം സയന്റിഫിക് എന്ന് വിളിക്കുന്നെങ്കിൽ പോലും എവിഡൻസിന്റെ പുറത്തല്ല മറിച്ച് വളരെ ലിമിറ്റഡ് എവിഡൻസിന്റെ പുറത്ത് നമ്മൾ ഇപ്പോൾ ചെറിയ പിക്കിക്ക് എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള ഹേസ്റ്റി ജനറലൈസേഷൻസ് ഒക്കെ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണവും മറ്റു ആരോപണം എന്ന് പറഞ്ഞാൽ പിന്നെ ചരിത്രപരമായിട്ട് നോക്കുമ്പോഴാണ് അദ്ദേഹം ചെയ്ത കാലത്ത് അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നല്ല പക്ഷേ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞു പോരുന്ന തത്വങ്ങളെ ഒരു ഫിഷ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ലോസ് ഒന്നും പോലെ അറിവുപോലെ അങ്ങോട്ട് അംഗീകരിക്കല്ല നമുക്ക് വേണ്ടതെന്നും മറിച്ച് ഇതിലേതൊക്കെ ഏതൊക്കെ എവിടെയൊക്കെ പ്രാവർത്തികമാകും എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം പറ്റിയുള്ള മറ്റൊരു പിന്നെ പ്രധാനപ്പെട്ട ആ കാലത്തെ മാറ്റം മാക്സ് വെബറിന്റെ പിന്നെ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പറ്റിയുള്ള അതായത് സ്ട്രക്ചറലിസത്തിന്റെ തന്നെ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഫിലോസഫിയിൽ പൊതുവിൽ എല്ലാ ഫിലോസഫിയിലെ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്ന പിന്നെ സ്ട്രക്ചറലിസത്തെ ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളുടെ മേലും ആരോപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾക്കും അങ്ങനെ ഉണ്ട് എന്ന് ആരോപിച്ചിട്ടുള്ള ഒരു വ്യൂ ആണ് ഉള്ളത് ഇതൊക്കെയാണ് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ അന്നൊന്നും ഇത് സൈക്കോളജിയുടെ ഒരു ഭാഗം അല്ല ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി അതിനെ സ്വാംശീകരിക്കുന്ന ഒരുപാട് താമസിച്ചിട്ടാണ് ഈ പറഞ്ഞ പഠനങ്ങളെയും അത്തരം കാഴ്ചപ്പാടുകളെയും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലുമാണ് ഹോത്തോൺ സ്റ്റഡീസ് ഹോത്തോൺ സ്റ്റഡീസ് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പിന്നെ വർക്ക് സെറ്റിങ്സിൽ ഓർഗനൈസേഷൻ സെറ്റിങ്സിൽ പിന്നെ ആദ്യമായിട്ട് നടന്ന ഒബ്സർവേഷൻ സ്റ്റഡി അല്ലെങ്കിൽ എംപിരിക്കൽ സ്റ്റഡി ഡേറ്റ കളക്ട് ചെയ്ത് നടത്തിയിട്ടുള്ള സ്റ്റഡീസിലൊന്ന് ഹാത്തോൺ സ്റ്റഡീസ് ആണ് പിന്നെ ഈ നിങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കുന്നു ഏത് തരത്തിൽ ബാധിക്കുന്നു കൂട്ടുന്നു കുറയ്ക്കുന്നു അതിന്റെ അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയെന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഹാത്തോൺ സ്റ്റഡീസിൽ പഠിക്കപ്പെട്ടത് അതുപോലെ കളക്റ്റീവ് കളക്റ്റീവുകൾ ഉണ്ടായി വന്ന ഒരു കാലം കൂടിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വ്യക്തികളുടെ അവകാശങ്ങളെ പറ്റി ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയിൽ പിന്നെ സാമ്പത്തിക മാധ്യമം ആദ്യത്തെ ഗ്രേറ്റ് ഡിപ്രഷൻ വന്ന കാലമൊക്കെയാണ് അപ്പൊ ആ കാലത്ത് തന്നെയാണ് ആളുകളുടെ കളക്റ്റീവ് ഡിമാൻഡ്സിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ കൂട്ടങ്ങൾ ആളുകൾ കൂട്ടമായി ചേരുന്ന പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതും ഒക്കെ ആ കാലത്തിലാണ് ലേബർ ലോസ് ഒക്കെ പലതരത്തിലും ഉണ്ടായി വരുന്നതും ലേബർ ലോസ് പിന്നെ കാര്യമായിട്ട് ചർച്ച ഒക്കെ ആ കാലത്താണ് പിന്നീട് നാൽപ്പതുകൾ അമ്പതുകൾ നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ കാലമാണ് ആ കാലത്താണ് ഈ പറഞ്ഞ പോലെ യൂണിയനൈസേഷന്റെ ഒക്കെ ഒരു ആഫ്റ്റർ മാത്രമായിട്ടൊക്കെ ഈ ഹ്യൂമൻ റിലേഷൻസ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് മനുഷ്യരെ വെറും യന്ത്രങ്ങളായിട്ട് കാണുകയല്ലാതെ മനുഷ്യരായിട്ടും ഈ ഓർഗനൈസേഷനുകളുടെ അകത്തും ഓർഗനൈസേഷനുകൾക്ക് പുറത്തേക്കും ഒക്കെ ഹ്യൂമൻ റിലേഷൻസ് നിലനിൽക്കുന്നുണ്ട് ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ഓർഗനൈസേഷനുകളുടെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് മനസ്സിലാക്കലൊക്കെ ഉണ്ടാകുന്നത് പിന്നെ നാൽപ്പതുകളിലും അമ്പതുകളിലും ഒക്കെയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഒരു മേഖല തന്നെ കൾട്ടവിന്റെ ആക്ഷൻ റിസർച്ച് ആക്ഷൻ റിസർച്ച് ഈ പറഞ്ഞ പോലെ പിന്നീട് പിന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പോലുള്ള മേഖലകളിൽ എം എസ് ഡബ്ല്യുക്കാർക്ക് ഒരുപാട് അറിയാവുന്ന ഒരു ഒരു പേരാണ് ഒരു പക്ഷേ ആക്ഷൻ റിസർച്ചും ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ മെത്തോളജി പേപ്പറിൽ പഠിച്ചിട്ടുണ്ടാവും പിന്നെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് ഗവേഷണത്തോടൊപ്പം തന്നെ പ്രശ്നപരിഹാരവും കൂടി നടത്തുന്ന അപ്ലൈഡ് റിസർച്ചിന്റെ തന്നെ കുറച്ച് രൂപമാണ് ഈ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഇന്ന് ഒരുപാട് നിലവിൽ പിന്നെ ഈ പിന്നെ എന്താ പറയുക കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലൊക്കെ ഒരുപാട് ഉപയോഗിക്കപ്പെടുന്ന സാധനമാണ് ഗ്രൂപ്പ് ഡൈനാമിക്സും മറ്റുമൊക്കെ ഗ്രൂപ്പ് ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളും മറ്റുമൊക്കെ തുടങ്ങി വെക്കുന്നത് ആ കാലഘട്ടത്തിലാണ് അറുപതുകളിലും എഴുപതുകളിലും നടന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം A P A American psychological association പതിയെ ഈ ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി എന്നൊക്കെ പറയുന്ന സ്ഥാനത്തിന് ഒരു ഒരു അംഗീകാരം കൊടുക്കുന്ന കാലമാണ് നാൽപ്പതുകൾക്ക് ശേഷം തുടങ്ങിയിട്ടുണ്ട് എഴുപതുകളിലാണത് അത് കാര്യമായിട്ട് എത്തുന്നത് അപ്പോ എഴുപത്തി മൂന്ന് താഴെ പറഞ്ഞിട്ടുണ്ടത് ഇപ്പോ ഈ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന് അൻപതിലേറെ ഡിവിഷനുകളുണ്ട് ഓരോ ഡിവിഷനും സൈക്കോളജിയിലെ ഓരോ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ പി പി ഡിവിഷൻ ഫോർട്ടീൻ ആണ് society for industry and organisation psychology എന്ന് പറയുന്നത് അപ്പൊ അത് തുടക്കത്തിൽ industry and business psychology division ആയിരുന്നു അത് തന്നെ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് അപ്ലൈഡ് സൈക്കോളജിയുടെ ഡിവിഷൻ ആയിരുന്നതിനെ എ പി ഏറ്റെടുക്കുകയാണ് ചെയ്തത് നാൽപ്പതുകളിൽ നാൽപ്പത്തി അഞ്ചിലാണ് ആ ഡിവിഷൻ അങ്ങനെ ഡിവിഷൻ ഉണ്ടാവുന്നത് പിന്നീട് ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഡിവിഷൻ എന്ന് അറുപത്തി രണ്ടിൽ അതിന്റെ പേര് മാറ്റുന്നു എഴുപത്തി മൂന്നിലാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി ശ്രദ്ധിക്കുക ഇൻഡസ്ട്രിക്കാണ് ആദ്യകാലങ്ങളിലൊക്കെയും ഇൻഡസ്ട്രിയും ബിസിനസ്സുമാണ് ആദ്യകാലങ്ങളിൽ എഴുപതുകൾക്ക് ശേഷം മാത്രമാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സാധനത്തിന് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ജീവനില്ലാത്ത സാധനമാണെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മനുഷ്യർ കൂടിച്ചേരുന്ന ഇടമാണ് എന്ന തരത്തില് ഈ ഓർഗനൈസേഷനുകൾക്ക് ഒരു ശ്രദ്ധ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഴുപതുകൾക്ക് ശേഷം ആണ് അപ്പൊ അതിന് അതിനുശേഷമാണ് ഈ പിന്നെ പിന്നെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് അല്ലെങ്കിൽ പിന്നെ ഓർഗനൈസേഷനകത്തെ സ്ട്രെസ് അത് ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്ന ഒരാളുടെ ഫാമിലി ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള പഠനങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഒക്കെ പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്തായാലും അറുപതുകളിലും എഴുപതുകളിലുമാണ് അപ്പോൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു വേര് കിടക്കുന്നത് ഈ പറഞ്ഞ എഴുപതിന് ശേഷം ഇങ്ങോട്ട് മാത്രമാണ് ജനറൽ സൈക്കോളജിയിൽ നമ്മൾ പറയുന്ന പറയുന്ന പല കാര്യങ്ങളിലും ആയിരത്തി എണ്ണൂറുകൾ മുതൽ തുടങ്ങുന്നതാണെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും എഴുപതുകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാടിൽ നിന്നും അതിന് ശേഷമുള്ള റിസർച്ചിൽ നിന്നും ഉണ്ടായി വന്നതാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഈ പറഞ്ഞ പോലെ ഗ്ലോബലൈസേഷൻ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ മാറ്റങ്ങൾ വരുന്നു ഡൈവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പല പല പല ഘടകങ്ങളും പിന്നെ ഇൻഡസ്ട്രിയൽ സൈക്കോളജിയുടെ ഒരു പരിഗണനയായിട്ട് വരുന്നത് തന്നെ ഈ അടുത്ത കാലത്താണ് അപ്പോൾ പോലും പിന്നെ ഡൈവേഴ്സിറ്റിയെ ഡൈവേഴ്സിറ്റി എന്ന ആദ്യകാലമൊക്കെ നമ്മൾ പറയുമ്പോൾ രണ്ട് തരത്തിൽ രണ്ടോ മൂന്നോ തരം ഡൈവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ അപ്പൊ കൂടുതൽ സ്ത്രീകൾ ജോലിക്ക് വരുന്നു അപ്പൊ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ് ചെയ്യപ്പെടാം അതല്ലെങ്കിൽ കൂടുതൽ മൈനോറിറ്റികൾ ഒരുപക്ഷെ അമേരിക്കയിലും ഒക്കെ പിന്നെ മെയിൻ സ്ട്രീമിൽ ഇല്ലാതിരുന്ന പിന്നെ റേഷ്യൽ ഗ്രൂപ്പുകളിൽപ്പെട്ട ആൾക്കാർ ഹിസ്പാനിക് ആളുകൾ പിന്നെ ലാറ്റിൻ അമേരിക്കൻ എന്നൊക്കെയുള്ള ആളുകൾ ആഫ്രിക്കൻ അമേരിക്കൻ ആൾക്കാർ ഇവരൊക്കെ കൂടുതലായിട്ട് ജോലി സ്ഥലങ്ങളിലേക്കും പവർ പൊസിഷനിലേക്കും ലീഡർഷിപ്പിലേക്കും ഒക്കെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ അവരുടെ ചലഞ്ചസ് ഇതൊക്കെ അപ്പൊ പോലും പിന്നെ ഇന്ത്യയിലൊന്നും അത്തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് പിന്നെ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റുകൾ വളരെ വളരെയധികം ഉണ്ട് അതുപോലെ ജോബ് ഈ ഗിഗ് ഇക്കോണമി പോലുള്ള സാധനങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ജോബ് എന്ന് പറയുന്ന സാധനം പിന്നെ അതിനെ നമ്മൾ കാണുന്ന രീതി മാറുന്നു ജോബ് എന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് പെർമനന്റ് ആയ സാധനങ്ങൾ മാത്രമായിരുന്നെങ്കിൽ പിന്നീട് ഈ പറഞ്ഞ പോലെ ഗിഗ് ഇക്കോണമി ഒക്കെ നമുക്ക് പക്ഷേ നമ്മുടെ ചർച്ചയുടെ പിന്നെ ഇതിന് വെളിയിലാണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ അത്തരത്തിലുള്ള എന്താ പറയുക കാഴ്ചപ്പാടുകളൊക്കെ മാറുന്നത് ഈ പറഞ്ഞ തൊണ്ണൂറുകൾക്ക് ശേഷമാണ് അപ്പോൾ ഇത് നമ്മുടെ മെറ്റീരിയലിൽ പറയുന്ന ഒരു ഇത് ഞാൻ അതുപോലെ എടുത്തേക്കുന്നതാണ് രണ്ടായിരത്തി പത്ത് പത്തിനൊക്കെ ശേഷം പിന്നെ ഈ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇതിനകത്തേക്ക് ഈ വെൽഫെയറിന്റെ ഒരു അംശം അതല്ലെങ്കിൽ വെൽബീയിങ്ങിന്റെ ഒരു അംശം വരുന്നുണ്ട് ഓർഗനൈസേഷൻ അകത്തെ മെന്റൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾക്ക് കുറച്ചും കൂടെ പിന്നെ നമ്മുടെ ഈസ്റ്റേൺ ഫിലോസഫിയിലൊക്കെ പറയുന്ന പലതരത്തിലുള്ള പിന്നെ കൺസെപ്റ്റുകളെ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നതൊക്കെ ഈ അടുത്ത കാലത്തൊക്കെയാണ് നമ്മൾ പിന്നെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന്റെ ഒക്കെ ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലൊക്കെ പിന്നെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന്റെ ഒക്കെ എന്താ പറയുക കണ്ടന്റിൽ ഒക്കെയുള്ള വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള പലതരം ഫോക്കസുകൾ ഈ വിഷയങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് പൊതുവിൽ ഈ പറഞ്ഞ നമ്മൾ ഈ പറയുന്ന നമ്മളിപ്പോ പിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പിന്നെ ഓർഗനൈസേഷൻ സൈക്കോളജിയുടെ ഫോക്കസും അതിന്റെ അതിന്റെ പ്രാധാന്യവും ഒക്കെ മാറി വന്നിട്ടുള്ളത് ഇത്തരത്തിലാണ് ഇനി ഓർഗനൈസേഷൻ സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ഏരിയകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജി എന്തിനെയൊക്കെയാണ് പ്രധാനമായിട്ട് പഠിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വർക്ക് മോട്ടിവേഷൻ ഇതൊക്കെയും പിന്നെ വേരിയബിളുകളാണ് ഈ പറയുന്ന വേരിയബിളുകളെ ഒക്കെയാണ് ഓർഗനൈസേഷൻ സൈക്കോളജി വളരെ കാര്യമായി പഠിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നിലവിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രധാനമായി പഠിക്കാൻ ശ്രമിക്കുന്നത് ഇവയൊക്കെയാണ് എന്നുള്ളതാണ് അത് ഒന്ന് വർക്ക് മോട്ടിവേഷൻ ആണ് വർക്ക് മോട്ടിവേഷൻ ഒക്കെ നമ്മൾ പിന്നീട് നമ്മുടെ പിന്നെ ചർച്ചയിൽ വരും എന്നുള്ളതുകൊണ്ട് ഇത് വിശദീകരിക്കാൻ പോകുന്നില്ല മറ്റൊന്ന് ജോബ് സാറ്റിസ്ഫാക്ഷൻ പിന്നെ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് ഈ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റിന്റെ തന്നെ മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ കുറച്ച് ഉയർന്ന രൂപമാണ് ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് പറയും ഒ സി ബി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു ഒരു അഞ്ചോ മറ്റോ വർഷത്തിനിടയ്ക്ക് ആയിരിക്കും വരും അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ പത്ത് രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷമാണ് ഒരു പക്ഷേ ഈ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ പോലെയുള്ള അല്ലെങ്കിൽ ഓൾട്രോയിസം അല്ലെങ്കിൽ ഓർഗനൈസേഷനുകളുടെ അകത്തെ ഓൾട്രോയിസം ഓൾട്രോയിസം എന്ന് പറയുന്നത് സഹാനുഭൂതി ഒക്കെയാണ് ഓർഗനൈസേഷനുകളുടെ അകത്തെ ഓൾട്രോയിസവും ഇത്തരം സാധനങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണ് ഓർഗനൈസേഷനെ വളർത്തുന്നത് എന്നുള്ള പഠനങ്ങളൊക്കെ പി എച്ച് ഡി പഠനങ്ങളായിട്ടെങ്കിലും തുടങ്ങിയിട്ടുള്ളത് ഈ അടുത്ത കാലത്തൊക്കെയാണ് അതുപോലെ ഓർഗനൈസേഷൻ ജസ്റ്റിസ് നമുക്കറിയാം ഇപ്പൊ അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഓരോ നാട്ടിലും നിലനിൽക്കുന്ന ലേബർ നിയമങ്ങൾ ഭരണകൂടങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇതിനൊക്കെ അനുസരിച്ച് ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ ഓർഗനൈസേഷൻ ജസ്റ്റിസിന്റെ ഒക്കെ കിടപ്പ് വരുന്നത് അതുപോലെ ലീഡർഷിപ്പ് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഗ്രൂപ്പ് ബിഹേവിയർ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത് പിന്നെ ഓർഗനൈസേഷനുകളുടെ കാര്യത്തിൽ എടുക്കുമ്പോൾ പിന്നെ ഇപ്പോൾ ഐ ടി കമ്പനികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ടീം ടീമുകൾ ടീമുകളുടെ അകത്തെ പിന്നെ പ്രശ്നങ്ങൾ മാത്രമല്ല ടീമുകളുടെ അകത്ത് നടക്കുന്നത് എന്ത് എന്നുള്ളത് ടീമുകളുടെ എഫക്റ്റീവ്നെസ് ഈ ടീമുകൾ തന്നെ പിന്നെ ടീമുകളുടെ വലിപ്പം ടീമുകളുടെ അകത്തെ ഡൈവേഴ്സിറ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജിയിലെ മറ്റൊക്കെ പ്രിൻസിപ്പിളുകൾ അപ്ലൈ ചെയ്യപ്പെടുക അവയെ മെച്ചപ്പെടുത്തുന്നത് എങ്ങനെ എന്നുള്ളത് വർക്ക് സ്ട്രെസ് സ്ട്രെസ് ഞാൻ പറഞ്ഞു കുറെ ഏറെ കാലമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഓർഗനൈസേഷൻ കൾച്ചർ അതുപോലെ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞ കൾച്ചർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആസ് കൾച്ചർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസേഷനുകൾക്ക് കൾച്ചർ ഉണ്ടാവാം ഇപ്പോൾ ഒരുപക്ഷെ ഗൂഗിൾ എന്ന കമ്പനിയുടെ കൾച്ചർ ഒരുപക്ഷെ ഒരിക്കലും ഇന്ത്യയിലെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് ചിലപ്പോൾ അതുപോലെ എടുക്കാൻ കഴിയില്ല പക്ഷേ ഗൂഗിളിന്റെ കൾച്ചറിനകത്തു നിന്ന് എടുക്കാവുന്ന ചില അംശങ്ങൾ ഉണ്ടാവും അപ്പൊ പോലും ഇന്ത്യ എന്ന സ്ഥലത്തിന്റെ പിന്നെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും മറ്റുമൊക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് അതിനെ അഡോപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ റിച്ചാർഡ് ബ്രാൻസന്റെ വിർജിൻ ഗ്രൂപ്പിന്റെ വിർജിൻ ഗ്രൂപ്പ് വിർജിൻ ഗ്രൂപ്പ് മാത്രമല്ല ഒരുപക്ഷെ ടെസ്ലയും ടെസ്ല ഈ അടുത്ത കാലത്തൊക്കെ ടെസ്ലയും ഒരു അത്ര കേസ് സ്റ്റഡി ആയിട്ട് മാറുന്ന ഒരു സ്ഥലമാണ് പിന്നെ ലീഡർഷിപ്പ് കൾച്ചറിന്റെ കാര്യത്തിലൊക്കെ അപ്പോൾ പിന്നെ ടെസ്ലയുടെ കൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ റിച്ചാർഡ് ബ്രാൻസന്റെ വെർജിൻ ഗ്രൂപ്പിന്റെ കൾച്ചറിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് എടുക്കാൻ കഴിയുക ഇത്തരത്തിലൊക്കെയുള്ള പറഞ്ഞത് ഇപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചറിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ഇന്ത്യൻ കോൺടാക്സിന്റെ ഓർഗനൈസേഷൻ കൾച്ചറിനെ ഡിഫൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ പിന്നെ നടന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചില ചില ടൂൾസ് ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അതുപോലെ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു പേപ്പറായിട്ട് തന്നെ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു ഓഡിയോ ഒക്കെ ഇപ്പോഴാണ് ഇൻഡിവിജ്വൽ പേപ്പറുകളായിട്ട് മാറിയത് അടുത്ത കാലത്തൊക്കെ അതുപോലെ counterproductive behaviour productive behaviour ഓർഗനൈസേഷനിലകത്തുള്ള പിന്നെ അത്തരം ബിഹേവിയറുകൾ പിന്നെ കുറേയേറെ കാലമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈവേഴ്സിറ്റി ഇപ്പൊ സ്ത്രീകൾ പിന്നെ സെക്ഷൽ ആൻഡ് പിന്നെ ജെൻഡർ മൈനോറിറ്റീസ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ കൂടുതൽ പ്രസക്തമായി മാറുന്ന ഒരു സാധനമാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് കാരണം ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ലൈഫിലെ ചലഞ്ചസ് പലതരമായിരിക്കും ഈ ചലഞ്ചസ് ചലഞ്ചസിനെ നേരിടാൻ എങ്ങനെയാണ് ഓർഗനൈസേഷനുകൾ ഇവരെ പ്രാപ്തരാക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഒരു പക്ഷേ പിന്നെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർഗനൈസേഷൻ പിന്നെ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഓർഗനൈസേഷൻ സൈക്കോളജിയെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട മേജർ ഇൻട്രസ്റ്റുകളാണ് എനിക്ക് തോന്നുന്നത് മൂന്ന് മണി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കാം അപ്പൊ അതുപോലെ വേണമെങ്കിൽ അഞ്ച് മിനിറ്റ് ഡിസ്കഷൻ ആവാം അതിനുശേഷം നമുക്ക് വീണ്ടും പിന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ ഓർഗനൈസേഷനുകളെ പഠിക്കാനുള്ള ശ്രമത്തിൽ നിന്നും പിന്നെ വ്യക്തികളെ പഠിക്കാനുള്ള ശ്രമത്തിലേക്ക് മാറിയ ഒന്നാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് പിന്നെ ഓബിക്ക് ഒരു no individual no single acceptable definition for O B ഓബിയെ പലതരത്തിൽ കാണാറുണ്ട് അത് ഓരോ രാജ്യത്തും ഓരോ ഓരോ സ്ഥലത്തും ഓബിയെ കാണുന്ന രീതി വ്യത്യസ്തമാണ് ചില ഡെഫിനേഷനുകളിൽ ഒന്ന് the study of the structure functioning and performance of organisation and the behaviour of groups and individuals within them എന്നുള്ളതാണ് ഒരു ഡെഫിനേഷൻ So uh, what's important is uh, there are individuals, there are groups, and there are organizations, and the, the, the, the attempt to study structure, functioning, and performance of organizations. But another field that seeks knowledge of behavior in organizational settings by systematically studying individual, group, and organizational process. Again, individual group organisation ഇങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് മറ്റൊരു കാര്യമുള്ളത് സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണ് സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്നത് മെത്തേഡ് ഓഫ് സയൻസ് ആണ് അതായത് collection of evidence and the interpretation of evidence on the basis of rationality അപ്പോ and it seeks the knowledge of behaviour ഓർഗനൈസേഷനുകളുടെ അകത്തുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിഹേവിയറിനെ പെരുമാറ്റങ്ങളെ മനസ്സിലാക്കുക വ്യക്തികളുടെ ആവാം ഗ്രൂപ്പുകളുടെ ആവാം ഓർഗനൈസേഷൻ ആസച്ച് അവരുടേതുമാകാം മറ്റൊരു ഡെഫിനേഷൻ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു റോബിൻസിന്റെ പുസ്തകം വളരെ പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്കാണ് മിക്കവാറും യൂണിവേഴ്സിറ്റികൾക്കൊക്കെ അവിടെ the field of study that investigates impact that individuals groups and structure വീണ്ടും സെയിം ആ മൂന്ന് എലമെന്റുകളാണുള്ളത് ഇത് ഒരുപക്ഷെ പറഞ്ഞ പോലെ ഒ ബി എന്താണ് എന്നുള്ളതിന്റെ ഒരു ഒരു ജനറൽ ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഈ അകത്തുണ്ട് ഓഫ് കോഴ്സ് ഡെഫിനേഷനുകൾ കാണാതെ പഠിച്ചു വെക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ ഡെഫിനേഷനുകൾ പിന്നെ കോട്ടൺ ആൻഡ് കോട്ടൺ അതുപോലെ തന്നെ ഡെഫിനിഷനിൽ എടുത്തു വെക്കുന്നത് പലപ്പോഴും പരീക്ഷകളിൽ ആവാറുണ്ട് for the purpose of applying such knowledge word improving and organisations effectiveness organisation as such അവിടെ ശ്രദ്ധിക്കാം ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി അല്ല not to increase the productivity of the organisation അതിന്റെ ഓർഗനൈസേഷൻ എന്താണോ ഉണ്ടാക്കുന്നത് അതിന്റെ ഔട്ട്പുട്ട് നിരന്തരം കൂട്ടിക്കൊണ്ടിരിക്കുക എന്നല്ല മറിച്ച് ഓർഗനൈസേഷന്റെ ഇഫക്റ്റീവ്നെസ്സിനെ വർദ്ധിപ്പിക്കുക and effectiveness can be defined on the base of even on the base of people and their satisfaction inside organisation or the satisfaction of people with the organisation and even the utility of our organisation to the society that it belongs to അപ്പൊ അത്തരത്തിൽ ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ്സിനെ മെച്ചപ്പെടുത്താനുള്ള uh, ലക്ഷ്യത്തോടു കൂടി uh, പിന്നെ ഇൻഡിവിജ്വലുകളുടെയും ഗ്രൂപ്പുകളുടെയും സ്ട്രക്ചറിന്റെയും അല്ലെങ്കിൽ പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചറുകളുടെയും പിന്നെ എന്താ പറയാ എഫക്റ്റീവ്നെസ് അവരുടെ പ്രവർത്തനങ്ങളെ പഠിക്കാനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് ശ്രമം തരത്തിലും ഓർഗനൈസേഷൻ ബിഹേവിയറിനെ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ മൂന്ന് മേജർ ആസ്പെക്ട്സ് ആണ് ഉള്ളത് ഒന്ന് സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് എന്ന് പറഞ്ഞാൽ it is aimed at knowledge production പുതിയ അറിവ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ശ്രമമുണ്ട് ഈ സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് വിളിക്കുന്ന എപ്പോഴും പിന്നെ നിങ്ങൾ ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കാൾപോപ്പർ ഒക്കെ പറയുന്ന സയന്റിഫിക് മെത്തേഡിന് ചില പ്രത്യേകതകളുണ്ട് അതിനകത്ത് ഫോൾസിഫയബിലിറ്റി റിപ്പീറ്റബിലിറ്റി ഇങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണ് അത് നമ്മൾ പൊതുവിൽ അതിനെ സയന്റിഫിക് മെത്തേഡ് എന്നാണ് വിളിക്കുക മെത്തേഡ് ഓഫ് സയൻസ് ഈ മെത്തേഡ് ഓഫ് സയൻസ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നോളജ് ആണ് ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ബിയിലെ പ്രവർത്തനത്തിന്റെ മറ്റൊന്ന് മൂന്ന് തരത്തിന് മൂന്ന് ലെവൽസ് ഓഫ് അനാലിസിസ് ഉണ്ട് individual analysis group and organisation so individual എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ബിയിൽ ഒരു ഒബി ഒരു ഇൻഡിവിജ്വലിനെ നോക്കുമ്പോൾ കാണ കാണുന്നത് ആ ഇൻഡിവിജ്വലിന്റെ ആറ്റിറ്റ്യൂഡ്സ് അവരുടെ വാല്യൂസ് ഈ ഇൻഡിവിജ്വൽ കൊണ്ടു നടക്കുന്ന അവരുടെ ഇൻഡിവിജ്വൽ ബിലീഫ്സ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ അവ അവരനുഭവിക്കുന്ന സ്ട്രെസ് ഇതൊക്കെയാണ് ഇൻഡിവിജ്വൽ ലെവൽ ഓഫ് അനാലിസിസ് വരുന്നത് ഇനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഗ്രൂപ്പിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എങ്ങനെ പരിഹരിക്കപ്പെടാതെ പ്രശ്നങ്ങൾ കിടക്ക പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അവയുടെ കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗ്രൂപ്പുകളുടെ അകത്തെ ലീഡർഷിപ്പ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാർ ലീഡർഷിപ്പിനെ വളർത്താനുള്ള ശ്രമങ്ങൾ ഇതൊക്കെ പിന്നെ ഗ്രൂപ്പ് ലെവലിലാണ് വരുന്നത് പിന്നെ മൂന്നാമത് ഓർഗനൈസേഷൻ ലെവൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ലെവലിലൊക്കെ വരുന്ന കാര്യങ്ങൾ ഓർഗനൈസേഷനുടെ കൾച്ചർ ഓർഗനൈസേഷനുകളുടെ അകത്തെ പ്രോസസ്സുകൾ ഈ ഓർഗനൈസേഷനുകൾ ടു ദ ലാർജ് സൊസൈറ്റി യുമായിട്ട് ഓർഗനൈസേഷൻ നടത്തുന്ന കൊടുക്കൽ വാങ്ങലുകൾ ഇതൊക്കെയാണ് ഓർഗനൈസേഷൻ ലെവൽ അനാലിസിസിൽ വരിക അപ്പൊ ഇത്തരത്തിൽ സിസ്റ്റമാറ്റിക് സ്റ്റഡീസ് ഉണ്ടാവും സിസ്റ്റമാറ്റിക് സ്റ്റഡീസിന്റെ തന്നെ ഡേറ്റ കളക്ഷനും മറ്റും നടക്കുന്നത് മൂന്ന് ലെവലിലാണ് അത് ഇൻഡിവിജ്വൽ ലെവലുണ്ട് ഗ്രൂപ്പ് ലെവലുണ്ട് ഓർഗനൈസേഷൻ ലെവലുണ്ട് അതുപോലെ ബേസിക് ആയിട്ടുള്ള പഠനങ്ങളുണ്ട് അതുപോലെ അപ്ലൈഡ് ഉണ്ട് ബേസിക് പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഡിസ്ക്രിപ്റ്റീവാണ് നമ്മൾ പൊതുവിൽ റിസർച്ച് എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ് ചെയ്യുന്നത് നിലവിൽ എന്താണുള്ളത് അല്ലെങ്കിൽ ഈ നിലവിലുള്ളതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് കോസൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കോറലേഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ബേസിക് സ്റ്റഡീസിൽ ഉൾപ്പെടുക ഇനി അപ്ലൈഡ് ഭാഗത്ത് വരുന്നത് പ്രാക്ടീസ് ആണ് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുമ്പോൾ പറഞ്ഞ പോലെ നിലവിലുള്ള മോട്ടിവേഷനെ സംബന്ധിച്ച് നിലവിലുള്ള ചില കണ്ടെത്തലുകൾ ഈ കണ്ടെത്തലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക അത് അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് സാധ്യതകൾ എന്തൊക്കെയാണ് ഇത് അന്വേഷിച്ച് നടത്തുക എന്നതൊക്കെയാണ് ഒരു പക്ഷേ ഇതിന്റെ പ്രാക്ടീസ് ലെവലിൽ വരുന്നത് അപ്പോൾ നോളജിന്റെ ജനറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ സിസ്റ്റമാറ്റിക് സ്റ്റഡിയും വഴിയും വഴിയും മറ്റും ഉണ്ടാക്കിയിരിക്കുന്ന നോളജിന്റെ ജനറേഷനും ആ ജനറേറ്റഡ് നോളജിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷനും ഇത്തരത്തിലെ മൂന്ന് മേജർ ആസ്പെക്റ്റുകളാണ് ഒ ബിക്ക് ഉള്ളത് ഒ ബിയുടെ ഡെഫിനിഷനുകളുടെ അടിസ്ഥാനത്തിൽ ഒ ബിക്ക് ഇങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ് ഉള്ളത് ഇനി പിന്നെ ഒ ബിയെ തന്നെ ഒ ബിയുടെ അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ പോലെയുള്ള പിന്നെ പല മേഖലകളിലും മാത്തമാറ്റിക്സിന്റെ ഉപയോഗമൊക്കെ വളരെ കാര്യമായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ പിന്നെ തിയറികൾ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും മോട്ടിവേഷൻ വായിച്ചു ഒരു പക്ഷേ സൈക്കോളജിയിലെ ജനറൽ സിലബസും ഒ ബിയുടെ സിലബസും തമ്മിൽ ഏറ്റവും കൂടുതൽ ഒ ബിയിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു സാധനം മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട തിയറികളാണ് ഒരുപക്ഷെ E e R G theory പിന്നെ പോലെയുള്ള സാധനങ്ങൾ സൈക്കോളജി ജനറലായിട്ട് പഠിക്കുന്ന ആൾക്കാർ പഠിക്കുന്നതന്നെ ഉണ്ടാവില്ല പിന്നെ മോട്ടിവേഷൻ പിന്നെ വാട്ട് മൂവ്സ് പീപ്പിൾ എന്നുള്ളത് ഒ ബി വളരെ കാര്യമായിട്ട് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മാത്തമാറ്റിക്കൽ ഇക്വേഷനുകൾ ഈവൻ ഓർഗനൈസേഷനിലകത്ത് തന്നെ ബിഹേവിയർ എന്ന് പറയുന്നത് function of persons and environment ആണെന്നൊക്കെയുള്ള ഈ പേഴ്സണിനും എൻവയോൺമെന്റിനും ഒക്കെ വാല്യൂസ് കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ധാരാളമായിട്ട് പിന്നെ ഒ ബിയിൽ ഇൻസൈഡ് ഒ ബി നടക്കാറുണ്ട് ഓബി ബി ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് എന്ത് എന്നുള്ളതാണ് മറ്റൊരു ഭാഗം അത് പിന്നെ നാല് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഒ ബിക്ക് ഉള്ളത് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ആണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിഹേവിയർ അതായത് പിന്നെ ഒബ്ജക്റ്റീവായ രീതിയിൽ അതായത് നിങ്ങൾ ആര് ചെയ്യുന്നു എന്നുള്ളതിനെ എന്നുള്ളത് അതിൻ്റെ ഔട്ട്കമിനെ ബാധിക്കാത്ത രീതിയിൽ പിന്നെ പരമാവധി മൈന്യൂട്ട് ഡീറ്റെയിൽസ് ശേഖരിച്ചുകൊണ്ട് ഓർഗനൈസേഷനകത്ത് നടക്കുന്ന കാര്യങ്ങളെ അത് വ്യക്തികളുടെ കാര്യത്തിലായിക്കോട്ടെ ഓർഗനൈസേഷന്റെ കാര്യത്തിലോട്ടെ ഗ്രൂപ്പുകളുടെ കാര്യത്തിലായിക്കോട്ടെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ പിന്നെ ഒ ശ്രമിക്കുന്ന ഒരു കാര്യം അതായത് ഇപ്പോൾ മോട്ടിവേഷനെ പറ്റിയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്തെ ആളുകളുടെ മോട്ടിവേഷൻ ലെവലുകൾ എത്രമാത്രം ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ശ്രമം അതിനെ മനസ്സിലാക്കാനുള്ള ശ്രമം ഒരു ഡിസ്ക്രിപ്ഷന്റെ പാർട്ടാണ് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അത് പിന്നെ ഒരു വലിയ ഓർഗനൈസേഷൻ എടുത്ത് അതിനകത്ത് അതിന്റെ ഓരോ കൺട്രി ഓഫീസുകളിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മോട്ടിവേഷൻ ലെവലുകളെ പറ്റി ഉള്ള താരതമ്യവും മറ്റുമൊക്കെ ആവും അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ കാര്യത്തിലാവും അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജേഴ്സും ടോപ്പ് ലെവൽ മാനേജേഴ്സും തമ്മിൽ ഉള്ള മോട്ടിവേഷന്റെ വ്യത്യാസത്തിന്റെ കാര്യത്തിലാവും ഏത് തരത്തിലായാലും നിലവിൽ എന്താണോ ഉള്ളത് എത്ര എന്തൊക്കെയാണ് നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള അതിനെ അതിനെ കൃത്യമായ ടേംസിൽ കണക്ക് നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ പെർസെൻറ്റേജസിന്റെയും അല്ലെങ്കിൽ ലെവൽസിന്റെ ഇപ്പൊ ഹൈ ലോ മീഡിയം എന്നൊക്കെയുള്ള ലെവൽസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ശ്രമമാണ് ഒന്ന് രണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതായത് ബിഹേവിയറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അത് വ്യക്തികളായിക്കോട്ടെ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ so to understand how why people do what they do ഇപ്പോ ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക തരം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ കൂടുതൽ അഗ്രസീവായിട്ട് പെരുമാറുന്നു എന്ന് വിചാരിക്കാം ഈ അഗ്രഷൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ പാർട്ട് എത്രമാത്രം അഗ്രസീവ്നെസ് ഉണ്ട് എന്തൊക്കെയാണ് അതിന്റെ ഘടകങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അടുത്ത ഘട്ടമായിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് എന്തുകൊണ്ട് നടക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് അതിന് പലപ്പോഴും കോസേഷൻ റിഗ്രഷൻ പോലെയൊക്കെയുള്ള റിഗ്രഷനും സ്ട്രക്ചർ റിഗ്രഷൻ മോഡലിംഗ് ഒക്കെയുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പിന്നെ മനസ്സിലാക്കലാണ് ഇതിന് ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തേത് പ്രഡിക്ഷനാണ് അത് ബിഹേവിയറിനെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഗിവൺ ദീസ് കണ്ടീഷൻസ് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന ഇന്ന ഇന്ന ഇന്ന പിന്നെ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ആ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന ബിഹേവിയർ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഇന്ന ഇന്ന ബിഹേവിയർ ഉണ്ടാവാം എന്ന തരത്തിലുള്ള പ്രഡിക്ഷൻ ഇവ നമ്മൾ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ പിന്നെ പെർഫോമൻസ് ടെസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് ഈ പറഞ്ഞൊരു ആണ് ഈവൻ റിക്രൂട്ട്മെന്റിന്റെ റിക്രൂട്ട്മെന്റിന് വേണ്ടി നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിൽ പോലും നടത്താൻ ശ്രമിക്കുന്നത് വേറെ തരത്തിലുള്ള പ്രഡിക്ഷൻ ആണ് ഒരു വ്യക്തി ഈ in given settings in given situation എങ്ങനെ പെരുമാറും എങ്ങനെ പ്രതികരിക്കും എന്നറിയാനുള്ള പ്രഡിക്ഷന്റെ ശ്രമം ഈ പ്രഡിക്ഷൻ വ്യക്തികളുടെ കാര്യത്തിൽ മാത്രമല്ല നേരത്തെ പറഞ്ഞ ഗ്രൂപ്പുകളുടെ കാര്യത്തിലും ഓർഗനൈസേഷനുകളുടെ കാര്യത്തിലും ഈ പറഞ്ഞ പ്രഡിക്ഷൻ സാധ്യമാണ് താനും നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ നിയന്ത്രിക്കുക എന്നുള്ളതല്ല മറിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ചില ഘടകങ്ങളെ ചില വേരിയബിളുകളെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് വിളിക്കുന്ന ചില വേരിയബിളുകളെ മാറ്റുകയോ മറിക്കുകയോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവയെ പിന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് മറ്റ് വേരിയബിൾസിൽ വരുത്താൻ ശ്രമിക്കുന്ന മാറ്റം അല്ലെങ്കിൽ എങ്ങനെ മാറ്റം വരുത്താൻ ശ്രമിക്കും എന്നുള്ള ശ്രമമാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ആളുകളുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ് മെച്ചപ്പെടുത്തുക എന്ന തരത്തിലാണ് അത് പ്രയോഗത്തിലേക്ക് വരുന്നത് ഇങ്ങനെ നാല് ഗോളുകളാണ് ഓപിക്കുള്ളത് അതിനെപ്പറ്റി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷെ ജനറൽ സൈക്കോളജിയുടെ പേപ്പറൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ പഠിച്ചുള്ള ഒരു കാര്യം തന്നെയാണ് സൈക്കോളജിയുടെ തന്നെ നാല് ഗോൾസ് ഈ നാലെണ്ണമാണ് description understanding prediction and controlling of behaviour ഈ പറഞ്ഞ ബിഹേവിയറിനെ പലതരം സെറ്റിങ്ങുകളിൽ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ സൈക്കോളജിയുടെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓൺലി ഡിഫറൻസ് ഒ ഇതൊക്കെ ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ വർക്കിന്റെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് എന്നുള്ളതാണ് അങ്ങനെ വർക്കിന്റെ കോണ്ടെക്സ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില പിന്നെ ചില ചില കണ്ടീഷൻസ് ചില കണ്ടീജൻസീസ് ഒക്കെ ഈ ഈ പറഞ്ഞ പ്രോസസ്സിനകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ നാല് പ്രോസസ്സിനകത്തേക്കും കടന്നു വരാം ഇനി ഒ ബി ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ഒരു കാര്യമാണ് അതായത് what is the present status of O B എന്നുള്ളത് ഒന്ന് ഓബി ചെയ്യാൻ ശ്രമിക്കുന്ന നിലവിൽ ഓബി ചെയ്യാൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ബെറ്റർമെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് ബെറ്റർമെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈലറിന്റെ ഒക്കെ കാലത്ത് കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം എന്ന തരത്തിലായിരുന്നെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയിട്ട് ഓർഗനൈസേഷൻസിന്റെ എഫക്റ്റീവ്നെസ്സിനകത്തേക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ്സിനെ ഡിഫൈൻ ചെയ്യുന്നതിനകത്ത് ഓർഗനൈസേഷൻസിനകത്തുള്ള മനുഷ്യരുടെ അവരുടെ ഔട്ട്കംസ് അവരുടെ അവരുടെ ജീവിതങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മൊത്തത്തിൽ ഹ്യൂമൻ റിസോഴ്സിനെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ബി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഓബിയിൽ കുറെ കാലം നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിരുന്ന മോട്ടിവേഷന്റെ ഒക്കെ ഒരുപാട് തിയറികളെ അവയുടെ ഉപയോഗവും അവയുടെ അവയുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഈ അടുത്ത കാലത്ത് ഒബി നന്നായിട്ട് മാറിയിട്ടുണ്ട് ഗ്രോത്ത് ആണ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഇപ്പോൾ ഒബി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് ബോബി യൂസ് കണ്ടിജൻസി അപ്രോച്ച് എന്നുള്ളതാണ് കണ്ടിജൻസി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ആൻസേഴ്സ് കണ്ടെത്താനുള്ള ശ്രമം ഏറെക്കുറെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ uh, പിന്നെ പോസ്റ്റ് മോഡേണിസം പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് പോലെയുള്ള മൂവ്മെന്റുകൾക്കും ഇതിനകത്ത് ഒരു പങ്കുണ്ട് അപ്പൊ അവിടെ അബ്സല്യൂട്ട് ആൻസേഴ്സ് ഉണ്ട് ഏറ്റവും മിച്ച മെച്ചം ഇതാണോ അല്ലെങ്കിൽ പിന്നെ ഒരു പ്രത്യേക മോഡല് പിന്നെ ഈ ഓർഗനൈസേഷൻ അകത്തെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു പ്രത്യേക മോഡൽ നമ്മൾ സ്ഥാപിച്ചാൽ എല്ലാ കാലത്തേക്കും ഈ മോഡലാണ് ഏറ്റവും നല്ലത് ഈ മോഡൽ ഇങ്ങനെ തന്നെ തുടരുക മാറി മറിച്ച് മാറി വരുന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറി വരുന്ന കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി വരുന്ന ചലഞ്ചസിന്റെ അടിസ്ഥാനത്തിൽ പ്രോബ്ലം അറ്റ് ഹാൻഡ് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ഇമ്മീഡിയറ്റ് പ്രോബ്ലം എന്താണോ അതിനുള്ള ഏറ്റവും മികച്ച സൊല്യൂഷൻ കണ്ടെത്തുകയും അതിനെ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ചിനാണ് നമ്മൾ കണ്ടിജൻസി അപ്രോച്ച് എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ അതും സയൻസിന്റെ ഒരു ഒരു പിന്നെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചറും കൂടിയാണ് ഈ പറഞ്ഞ കണ്ടിജൻസി എന്ന് പറയുന്നത് സയൻസിൽ ഒരിക്കലും അബ്സല്യൂട്ട് ആൻസേഴ്സ് ഇല്ല സയൻസ് നിരന്തരം നിലവിലുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ പുതിയ അറിവ് തേടാനും പുതിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ സ്വയം പരിഷ്കരിക്കാനുള്ള ശ്രമമാണ് സയൻസ് ചെയ്യുന്നത് ഇതേ അപ്രോച്ച് ഒ ബിയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് ഒരു മൾട്ടിഡിസിപ്ലിനറി ഫോക്കസ് ഉള്ള മേഖലയായിട്ട് ഒബി മാറിയിട്ടുണ്ട് ഒരുപാട് ഫീൽഡുകൾ സൈക്കോളജി മാത്രം സൈക്കോളജിയുടെ സബ് ഫീൽഡിൽ മാറി ഒരു മൾട്ടിഡിസിപ്ലിനറി ഫീൽഡായിട്ട് ഒ മാറിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പിന്നെ പി എച്ച് ഡി പ്രോഗ്രാമിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ കോഴ്സ് വർക്കിന് ശേഷം ഒരു പരീക്ഷയും കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്ക് തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കപ്പെടുക നിങ്ങൾ ഒ ബിയിലാണ് പി എച്ച് ഡി ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിന്റെ സോഷ്യൽ ആസ്പെക്ടുകളൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ പി എച്ച് ഡി ടോപ്പിക്കിന്റെ സോഷ്യൽ ആസ്പെക്റ്റുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് കീഴിലായിരിക്കും അല്ലെങ്കിൽ സോഷ്യോളജി ഫാക്കൽറ്റി കീഴിലായിരിക്കും നിങ്ങൾ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യുക മറിച്ച് ഇതിനകത്തെ ഇൻഡിവിജ്വൽ ആസ്പെക്റ്റുകളാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾ സൈക്കോളജിക്കകത്തേക്ക് വരിക അപ്പൊ അത്തരത്തിൽ അത്രയേറെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് മാറിയിട്ടുണ്ട് മൾട്ടി ഡിസിപ്ലിനറി ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഒരു മേഖലയായിട്ട് ഓബി മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിന് ഒരു ഓപ്പൺ സിസ്റ്റം ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു പിന്നെ കെട്ടിടത്തിനകത്ത് നടക്കുന്ന മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകൾ എന്നതിലൊക്കെ മാറി ചുറ്റുപാടും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഓർഗനൈസേഷനുമായിട്ട് ബന്ധത്തിൽ വരുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നിരന്തരം ബന്ധം സ്ഥാപിക്കുകയും അവർ കൊടുക്കുന്ന ഫീഡ്ബാക്ക് ആ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ അകത്ത് തന്നെ മാറ്റങ്ങൾ വരികയും ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ പ്രൊഡക്റ്റുകളും പുതിയ പ്രോസസ്സും ഉണ്ടാവുന്നു അതിനോട് പൊതുസമൂഹം അതിന്റെ പുറം പുറം ലോകം എങ്ങനെ പ്രതികരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സ്വയം നവീകരിക്കുകയൊക്കെ ചെയ്യുന്ന അത്തരത്തില് ഡൈനാമിക്സത്തെ അംഗീകരിക്കുന്ന ഒരു പിന്നെ റെക്കഗ്നീഷനിലേക്ക് അത്തരം ഒരു ഒരു ഓപ്പൺ സിസ്റ്റം റെക്കഗ്നീഷനിലേക്ക് ഒബി മാറിയിട്ടുണ്ട് അതുപോലെ ഒരു ക്രോസ് കൾച്ചറൽ അപ്രോച്ച് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ണൂറുകൾക്ക് ശേഷം ഒരിക്കലും നിങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടോടെ വരുന്ന മനുഷ്യർ നിങ്ങളുടെ കൂടെ ഇരുന്നും ഒരു പക്ഷേ നിങ്ങളുടെ ടീമിൽ തന്നെ ഒരു പക്ഷേ മറ്റു ഭൂഖണ്ഡത്തിന് ഒരു രണ്ട് ഭൂഖണ്ഡത്തിന് അപ്പുറത്തിരുന്നും ഒക്കെ വർക്ക് ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കൾച്ചറൽ ഫാക്ടേഴ്സിനെ ഓരോ കൾച്ചറിലും പ്രധാനപ്പെട്ട എന്താണ് അവർ അവർ പ്രധാനമായി കരുതുന്നത് എന്താണ് അവർ മോശമായി കരുതുന്നത് എന്താണെന്നുള്ളതിനെയൊക്കെ മനസ്സിലാക്കാനും അത്തരം അത്തരം അറിവുകളെ മുഴുവനും ഓർഗനൈസേഷന്റെ മൊത്തം ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിലേക്ക് ഓഡി പ്രോസസ്സിനകത്തേക്കും എച്ച് ആർ പ്രാക്ടീസസിനകത്തേക്കും കൊണ്ടുവരാനുള്ള ശ്രമം ഒക്കെ ഒ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ് അതിനെയാണ് നമ്മൾ ക്രോസ് കൾച്ചറൽ അപ്രോച്ച് എന്ന് വിളിക്കുന്നത് പൊതുവിൽ ഒ ബി എയുടെ ഒരു ഒരു കറണ്ട് സ്റ്റാറ്റസ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ഒ ബിയുടെ കറണ്ട് സ്റ്റാറ്റസ് ഓഫ് എൻഗേജ്മെന്റ് നിൽക്കുന്നത് ഈ കാര്യങ്ങളിലൊക്കെയാണ് ഇനി ഇന്ത്യയിലെ കാര്യം എടുത്താൽ ഒ ബി ഇന്ത്യയിൽ ഇപ്പോഴും നമ്മൾ പിന്നെ സൈക്കോളജി സെക്കൻഡ് ഇയറിൽ ഒ ബി എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം തന്നെ നോക്കിയാൽ മതി compare to clinical psychology or പിന്നെ കൗൺസിലിംഗ് സൈക്കോളജി ഒ ബി എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം തന്നെ ഒരു ഒ ബിയുടെ അവസ്ഥയുടെ ഒരു പിന്നെ ഇൻഡിക്കേഷൻ ആണ് ലോകത്തെമ്പാടും ഒരു പക്ഷേ സൈക്കോളജി എടുക്കുന്ന ആൾക്കാർ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുന്നത് കൺസൾട്ടിങ് സൈക്കോളജി പോലെയുള്ള കൺസൾട്ടിങ് സൈക്കോളജി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽസിനെ ഓർഗനൈസേഷനുകളെ അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന സൈക്കോളജിയുടെ മേഖലയാണ് ഇന്ത്യയിൽ പക്ഷേ കൺസൾട്ടിംഗ് സൈക്കോളജിക്കായിട്ട് ഒരു ഒരു പിന്നെ ഓർഗനൈസേഷൻ പോലുമില്ല ഇന്ത്യയിൽ കൺസൾട്ടിംഗ് സൈക്കോളജി മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ Indian society for training and ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അത്തരത്തില് പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം പക്ഷേ വളർച്ച എത്തിയിട്ടില്ലാത്ത ഒരു മേഖലയാണ് ഒ ബി ഇന്ത്യയിൽ ഇന്ത്യയിലെ ഒ ബി ഒരു മൂന്ന് പിന്നെ കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് പിന്നെ ഒരു ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് അതിനെ പറയുന്നത് പിന്നെ രണ്ടായിരത്തിനൊക്കെ ശേഷം രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലൊക്കെയാണ് ഇങ്ങനൊരു കാഴ്ചപ്പാട് വന്നത് അതായത് ഇന്ത്യയിൽ ആദ്യം നമ്മൾ ചെയ്തത് റെപ്ലിക്കേഷനുള്ള ശ്രമങ്ങളായിരുന്നു യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ അല്ലെ യു എസിന്റെ കോണ്ടെക്സ്റ്റിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള തിയറികളോ അത്തരം അത്തരം ഫൈൻഡിങ്ങുകളോ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിലെ അത് നേരത്തെ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയുടെ വർക്ക് കൾച്ചർ പഠിച്ചിട്ട് അവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെ നന്നായി വർക്ക് ചെയ്യുന്ന ഒരു പിന്നെ മോട്ടിവേഷൻ സ്ട്രാറ്റജിയെ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിലെ വില്ലേജ് ഓഫീസിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ വരുന്ന പ്രശ്നം അത് തന്നെ വളരെ കാര്യമായിട്ടുള്ള ഡിസെൻചാൻമെന്റ് അതായത് ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യയിൽ നയിക്കുകയുണ്ടായി അതിനും ശേഷമാണ് ഈ ഒരു ഇന്റഗ്രേഷനുള്ള ശ്രമം തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഇന്റഗ്രേഷനുള്ള ശ്രമം നടക്കുന്നത് അതായത് പിന്നെ ഇവിടെ നടക്കുന്ന ഇവിടുത്തെ കൾച്ചറിനെ ഇവിടുത്തെ ഇവിടുത്തെ രീതികളെ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള അറിവുകളെ പുതുക്കാനും അവയെ ഇവിടത്തേക്ക് മാറ്റാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഈ പറഞ്ഞ അടുത്ത കാലത്താണ് ഒരുപക്ഷെ അതുകൊണ്ടുകൂടി ആ മൂവി ഇന്ത്യയിൽ ഇത്ര വലിയ വളർച്ചയിലേക്ക് നിലവിൽ പോയിട്ടില്ലാത്തത് എന്തായാലും പിന്നെ ഒ ബി പ്രസക്തമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രസക്തമാവുന്നത് പല പല പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് ഗ്ലോബലൈസേഷന്റെ ഒരു ഒരു പിന്നെ കോണ്ടെക്സ്റ്റ് ഉണ്ട് മറ്റൊന്ന് ഡൈവേഴ്സിറ്റിയുടെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് പിന്നെ contemporary importance of organisation behaviour എന്താണെന്ന് ഒരു പക്ഷേ പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ഒന്നാണ് അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്ന രണ്ട് മൂന്ന് ഘടകങ്ങൾ ഒന്ന് ഈ പറഞ്ഞ ഗ്ലോബലൈസേഷന്റെ കാര്യമാണ് ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചാലഞ്ചസ് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് മറ്റൊന്ന് ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ വർക്ക് ഫോഴ്സിന്റെ ഡൈവേഴ്സിറ്റിക്കകത്ത് വരുന്ന വലിയ മാറ്റം ഈ ഡൈവേഴ്സിറ്റിയോട് നിങ്ങൾ എങ്ങനെ ഇപ്പൊ കൊച്ചിൻ മെട്രോ കൊച്ചി മെട്രോ ഒരു ഈ ഡൈവേഴ്സിറ്റിയുടെ ഒരു ഒന്നാന്തരം സ്റ്റഡി കേസ് സ്റ്റഡിയാണ് കൊച്ചി മെട്രോയുടെ ഒരു അനുഭവം കൊച്ചി മെട്രോയിൽ ഒരുപാട് പി ആർ വർക്ക് നടത്തിയിട്ട് കൊണ്ടുവന്ന ഒരു കാര്യമാണ് ട്രാൻസ്ജെൻഡർ പിന്നെ ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള ശ്രമം ശ്രമം എന്ന് പറയാൻ കാര്യം ആദ്യം ബാച്ചിൽ ജോയിൻ ചെയ്ത ട്രാൻസ്ജെൻഡേഴ്സിൽ ഏതാണ്ട് മുഴുവൻ ആളുകൾ ഒരു ഒൻപത് പേരെ കടവഴി ബാക്കി എല്ലാവരും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ ജോലി വിട്ടുപോയി അപ്പോൾ വളരെ മികച്ച എന്താണ് ലക്ഷ്യങ്ങളോടെ അല്ലെങ്കിൽ വളരെ മികച്ച മികച്ച ഇന്റൻഷനോടെ നടത്തിയ ഒരു ഒരു ഡൈവേഴ്സിറ്റി ശ്രമം ഡൈവേഴ്സിറ്റി അക്സെപ്റ്റൻസിന്റെ ശ്രമം എങ്ങനെ ബാക്ക്ഫെയർ ചെയ്തു അല്ലെങ്കിൽ അത് ഇഫക്റ്റീവ് ആയില്ല എന്നുള്ളതിന്റെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പൊ അത്തരത്തില് വർക്ക് ഫോഴ്സിൽ വരുന്ന ഡൈവേഴ്സിറ്റിയോട് ഉള്ള പിന്നെ പ്രതികരണങ്ങൾ ഒ ബിയുടെ മേഖലയാണ് പ്രധാനമാണ് ഇന്നൊവേഷന്റെ ഒരു മേഖലയുണ്ട് ഇന്നോ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ കൃത്യമായിട്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇന്നൊവേഷന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അവരവരുടെ സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയാണ് അത് ഒ ബിക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയിൽ ചെയ്യാൻ സാധിക്കുന്നു മറ്റൊന്ന് എത്തിക്കൽ ബിഹേവിയറിന്റെ ആണ് കോർപ്പറേറ്റ് മേഖലയിലൊക്കെ വളരെ കാര്യമായിട്ട് റിസർച്ച് നടക്കുന്ന ഒരു ഏരിയ ഫ്രോഡാണ് കോർപ്പറേറ്റ് ഫ്രോഡിന്റെ പിന്നിലെ സൈക്കോളജി എന്താന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ഒരു പക്ഷേ ഈ നിയമം കൊണ്ടും ശിക്ഷ കൊണ്ടും മാത്രം ഫ്രോഡിനെ പിന്നെ കോർപ്പറേറ്റ് ഫ്രോഡിനെ പിന്നെ നേടാൻ ശ്രമിച്ചതെന്ന് ശ്രമിച്ചിരുന്നത് ഈ അടുത്ത കാലത്താണ് ഇന്ത്യയിലൊന്നും അത്തരം പഠനങ്ങൾ പക്ഷേ വന്നു തുടങ്ങിയിട്ട് തന്നെ ഇല്ല കാര്യമായിട്ട് കോർപ്പറേറ്റ് ഫ്രോഡ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് അതിന്റെ സൈക്കോളജിക്കൽ ഡയമെൻഷൻസ് എന്തൊക്കെയാണ് ഇത് കുറയ്ക്കാൻ സൈക്കോളജിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യമൊക്കെ ഈ അടുത്ത കാലത്ത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഇനീഷ്യൽ യൂണിറ്റുകളിൽ നിന്ന് പരീക്ഷയ്ക്ക് പക്ഷേ ചോദിക്കാവുന്ന ഒരു ചോദ്യം ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻസ് ഓഫ് ഹോബിയാണ് ആണ് അത് വലിയ ചോദ്യമായിട്ട് ഒരു പക്ഷേ വലിയ ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പിന്നെ ഹോബിയുടെ ചരിത്രം അല്ലെങ്കിൽ അതിന്റെ ഒരു വളർച്ചയും പ്ലസ് അതിന്റെ കണ്ടംപററി സിഗ്നിഫിക്കൻസും ആയിരിക്കും ചോദിക്കുക ചെറിയ ചോദ്യമായിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ഇമ്മീഡിയറ്റ് സിഗ്നിഫിക്കൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു പക്ഷേ അതിന്റെ പിന്നെ ഉത്തരമായിട്ട് പറയാവുന്നതാണ് ഇനി ഹോബിയിലെ ചില ഫണ്ടമെന്റൽ കൺസെപ്റ്റുകളാണ് ഈ ഫണ്ടമെന്റൽ കൺസെപ്റ്റുകളും കൂടി ആവുമ്പോൾ ഞാൻ ഇന്ന് പിന്നെ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഏകദേശം പൂർത്തിയാവും ഒന്ന് the nature of people and the nature of organisations ഇത് ഒ ബിയിലെ വളരെ പ്രധാനപ്പെട്ട എന്താ പറയുക കൺസെപ്റ്റുകളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഫണ്ട ഒ ബി ഏറ്റവും ഒ ബിയുടെ പിന്നെ എന്താ പറയുക ഒ ബി നിരന്തരം പഠിക്കാൻ ശ്രമിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് nature of people and nature of organisations അപ്പൊ അതിനകത്ത് മനുഷ്യരുടെ കാര്യമെടുത്താൽ മനുഷ്യരുടെ കാര്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങളൊന്ന് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ് ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ലെവലില് ഗ്രൂപ്പുകളുടെ ലെവലിൽ ഈവൻ ഓർഗനൈസേഷൻസിന്റെ ലെവലിൽ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ എങ്ങനെയാണ് ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നതെന്നും ആ ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ എത്തരത്തിലാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നതെന്നും അത് ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ ലീഡർഷിപ്പിന്റെ അല്ലെങ്കിൽ ഒരു ലീഡറുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സുകൾ എങ്ങനെയാണ് അവരുടെ പിന്നെ ഗ്രൂപ്പിന്റെ പെർഫോമൻസിന് അല്ലെങ്കിൽ ആസ് എ ഗ്രൂപ്പ് അവരുടെ പെർഫോമൻസിനെയും അവരുടെ ഔട്ട്പുട്ടുകളെയും ഒക്കെ സ്വാധീനിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസുകളുടെ മേഖല മറ്റൊന്ന് പെർസെപ്ഷൻസിൽ വരുന്ന ഡിഫറൻസ് ആണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ നമ്മൾ പിന്നെ ഒബിയുടെ മെറ്റഫറുകളുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മെറ്റഫറുകളുടെ കാര്യത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്താണ് ഒരുപക്ഷെ ബിഹേവിയറൽ എക്കണോമിക്സിൽ നിന്നാണ് പെർസെപ്ഷനെ പറ്റി സൈക്കോളജിക്കാരെ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇപ്പൊ സൈക്കോളജിയിലെ പിന്നെ ഗവേഷണം നടത്തിയിട്ട് നോബൽ സമ്മാനം കിട്ടിയ അപൂർവ ആൾക്കാരിൽ ഒരാള് ഡേവിഡ് കാരിമാനാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ബിഹേവിയർ എക്കണോമിസ്റ്റ് ആണ് അപ്പൊ അവരൊക്കെ ഈ പറഞ്ഞ പെർസെപ്ഷനുകൾ അല്ലെങ്കിൽ പെർസെപ്ഷനിൽ വന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പെർസെപ്ഷനിൽ വരുന്ന തലച്ചോറിന്റെ ഇൻഹറന്റ് ആയിട്ടുള്ള ബയാസുകളുടെ അടിസ്ഥാനത്തിൽ പെർസെപ്ഷനിൽ വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് ആളുകളുടെ പെർഫോമൻസിനെ ഈവൻ സമ്പദ് വ്യവസ്ഥകളെ എക്കണോമിക്സിനെ ബാധിക്കുന്നതൊക്കെയാണ് അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തില് വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് പെർസെപ്ഷൻസ് എന്ന് പറയുന്നത് മറ്റൊന്ന് വ്യക്തി ദ ഹോൾ പേഴ്സൺ എന്ന് പറയുന്ന ആളുടെ പിന്നെ അക്നോളജ്മെന്റ് അങ്ങനെ അങ്ങനെ പിന്നെ വ്യക്തി എന്നയാൾ നിങ്ങൾ നിങ്ങൾ കാണുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഓർഗനൈസേഷനകത്ത് നിങ്ങൾ കാണുന്ന ക്ലർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജറിലെ സിഇഒ e അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്ന ആള് മാത്രമല്ല അല്ലെങ്കിൽ അത് അവരുടെ ഒരു റോള് മാത്രമാണെന്നും അവരെ സംബന്ധിച്ച് അവരുടെ കുട്ടിക്കാലം അവരുടെ ഫാമിലി ലൈഫ് അവരുടെ നിലവിലുള്ള ലൈഫിലെ ചലഞ്ചസ് അവരുടെ അവരനുഭവിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ ഇതൊക്കെ കൂടെ ചേരുമ്പോഴാണ് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ആകുന്നതെന്നും നിങ്ങൾ ഓർഗനൈസേഷൻ അകത്തുള്ള അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ അവരുടെ പെർഫോമൻസും മാത്രം ഒന്ന് നോക്കിയാൽ പോരാ മറിച്ച് ഇവരെ ഈ വ്യക്തിയെ മുഴുവനായി കണ്ടുകൊണ്ട് ആ വ്യക്തിയെ മുഴുവനായി പരിഗണിച്ചുകൊണ്ട് മാത്രമേ അവരുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് കൊണ്ടുവരാനും അവരെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനോ ഫ്ലറിഷ് ചെയ്യാനോ വ്യക്തിക്ക് സാധിക്കുമെന്നും ഉള്ള തിരിച്ചറിവ് വരുത്താനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനങ്ങൾ ഒ ബിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് മറ്റൊന്ന് മോട്ടിവേഷനാണ് മോട്ടിവേഷൻ ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ ടൈലറുടെ കാലം മുതൽ ഇങ്ങോട്ട് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പക്ഷേ മോട്ടിവേഷനെ സംബന്ധിച്ച് ഒരുപാട് പിന്നെ പഠനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചോദ്യങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട മേഖല അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വളരെ പ്രാധാന്യം അർഹിച്ച വന്നൊരു മേഖല ഡിഗ്നിറ്റിയുടെയാണ് അതായത് വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത് അപ്പൊ അത് അതിനകത്ത് ഒരുപാട് എത്തിക്സിന്റെ വിഷയങ്ങളുണ്ട് മൊറാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ മൊറാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ എത്തിക്സ് ഈവൻ പിന്നെ കമ്പനികളുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷനുകളുടെ എത്തിക്സ് ഒക്കെ വരുന്നത് അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടക്കുന്നത് ഈ പറഞ്ഞ പിന്നെ ഹ്യൂമൻ ഡിഗ്നിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് അത് അതിനകത്ത് പിന്നെ പേഴ്സണൽ വാല്യൂസ് പേഴ്സണൽ മീനിങ് പോലെയുള്ള സാധനങ്ങൾ ഈ പേഴ്സണൽ മീനിങ് കണ്ടെത്താനുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾ ഈ വ്യക്തിയുടെ ശ്രമങ്ങളെ ഓർഗനൈസേഷൻ എങ്ങനെ സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഓർഗനൈസേഷൻ തുരങ്കം വെക്കുന്നു എന്നൊക്കെയുള്ള പിന്നെ അത്തരത്തിലുള്ള തിരിച്ചറിവുകളൊക്കെ ഈ പറഞ്ഞ പിന്നെ പീപ്പിൾ എന്ന് പറയുന്ന ഘടകത്തിന്റെ ഒരു ഒരു പ്രധാന മേഖലയാണ് ഇത്രയാണ് ദ നേച്ചർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു അംബ്രല്ല ടേമിനകത്ത് ഒ ബിയിൽ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ രണ്ടാമത്തെ കാര്യം ഓർഗനൈസേഷൻ ആണ് ദ നേച്ചർ ഓഫ് ഓർഗനൈസേഷൻസ് അപ്പൊ അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട പിന്നെ കാര്യങ്ങളാണുള്ളത് ഒന്ന് സോഷ്യൽ സിസ്റ്റങ്ങളെ പറ്റിയുള്ള പഠനം അതായത് സിസ്റ്റങ്ങളായിട്ട് ഈ ചുറ്റും കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇൻസ്റ്റിറ്റ്യൂഷനുകളെന്നും ഓർഗനൈസേഷനൊക്കെ മനസ്സിലാക്കുന്ന പിന്നെ എല്ലാത്തിനെയും സോഷ്യൽ സിസ്റ്റങ്ങളായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം ഈ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പുകളുടെ മനുഷ്യബന്ധങ്ങളുടെ ഒരു കൂട്ടമാണ് ആ ഈ പറഞ്ഞ മനുഷ്യബന്ധങ്ങളുടെ കൂട്ടം പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അത് മനുഷ്യരെന്ന നിലയിലും കൂട്ടം എന്ന നിലയിലും പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ഇനി പിന്നെ ഒരു ഓർഗനൈസേഷന്റെ കോണ്ടെക്സ്റ്റിൽ എടുത്താൽ ഓർഗനൈസേഷൻ ആസ്പെക്ട് ഒരു സോഷ്യൽ സിസ്റ്റമാണ് ഒപ്പം ഈ ഓർഗനൈസേഷൻ ഒരു ലാർജർ സോഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗവുമാണ് നമ്മൾ സൊസൈറ്റി എന്നൊക്കെ പറയുന്ന സോഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗവുമാണ് ഇതിനകത്ത് ഈ ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വലിന്റെയും പെരുമാറ്റം ഈ സോഷ്യൽ സിസ്റ്റത്തിന്റെ മൊത്ത സ്വഭാവത്തെ മാറ്റി മാറ്റിമറിക്കും ഒരു ഒരു ടീമിന്റെ ഒരു ടീമിന്റെ സ്വഭാവം എന്ന് പറയുന്ന ഒരു പക്ഷേ ആ ടീം ഒരു ടീമിന്റെ ടീം ലീഡിന്റെ സ്വഭാവം ആയിട്ട് മാറാം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സിഇഒ e ആ ഓർഗനൈസേഷന്റെ സ്വഭാവത്തെ ഓർഗനൈസേഷന്റെ ഒരുപക്ഷെ പിന്നെ അഗ്രസീവ്നെസ്സിനെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിലേക്ക് വളരെയധികം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റമായിട്ട് മാറുകയാണ് ആ സിസ്റ്റങ്ങളുടെ അകത്തൊക്കെയും ഇൻഡിവിജ്വൽസ് ഉള്ളത് ഇൻഡിവിജ്വൽസിന്റെ ഒക്കെ പിന്നെ പെരുമാറ്റങ്ങൾ ഈ സോഷ്യൽ സിസ്റ്റത്തിന്റെ മൊത്തം ഔട്ട്പുട്ടിനെ പലതരത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാട് മറ്റൊന്ന് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ആണ് അത് ഒരു മൂന്ന് നാല് തരത്തിൽ ഓർഗനൈസേഷനുകളെ തരംതിരിക്കാൻ കഴിയും ഒന്ന് ഷോർട്ട് ടൈം ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പിന്നെ ഇന്റർ കൾച്ചറൽ ഓർഗനൈസേഷൻസ് ഒക്കെ വിളിക്കുന്ന പിന്നെ എന്താ പറയുക വോളണ്ടിയറിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദീർഘകാല ബന്ധങ്ങളില്ലാതെ വളരെ ചെറിയ പിന്നെ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കൂടുന്ന വളരെ ചെറിയ പരിമിതമായ ലക്ഷ്യങ്ങൾ മാത്രമുള്ള ഓർഗനൈസേഷനുകളുണ്ട് അത്തരത്തിൽ പിന്നെ നിങ്ങൾ നിങ്ങൾ ഒരു ഗ്ലോബൽ മൂവ്മെന്റിന്റെ ഭാഗമാകുന്നതും ഒക്കെ ഇപ്പോൾ നിങ്ങൾ ഒരു change dot O R G പെറ്റീഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നതും അങ്ങനെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു പിന്നെ എൻഡോഴ്സ്മെന്റ് നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പറഞ്ഞ ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഇന്റർകൾച്ചർ ഓർഗനൈസേഷൻസ് പറയുന്നതിന്റെ ആംബിറ്റിൽ വരുന്നതാണ് ഇനി ലോങ് ടേം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയും അത് പിന്നെ ഇന്റർനാഷണൽ ഇപ്പൊ ഡി എഫ് ഐ ഡി ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ യു എസ് ഐയിലൊക്കെ പോലെയുള്ള സംഘർഷ സംഘടനകൾ പിന്നെ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ ലോങ് ടേം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻസിന്റെ അകത്തേക്ക് വരികയാണ് അത് നിങ്ങൾ കമ്മ്യൂണിറ്റികളിലേക്ക് ഇടപെടുകയാണ് നിങ്ങൾ ലാർജർ കമ്മ്യൂണിറ്റികളുമായിട്ട് നിരന്തരം സംവദിക്കാനൊക്കെ ശ്രമിക്കുന്ന അത്തരം ഓർഗനൈസേഷനുകളാണ് ഈ പറഞ്ഞ ലോങ് ടേം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുള്ളത് ഈ കൺസർവേഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അത് പിന്നെ ഈ പറഞ്ഞ എഴുപതുകൾക്ക് ശേഷമൊക്കെ ലോകത്ത് വളരെ കാര്യമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്നാൽ പിന്നെ ലോകത്തെ ഏറ്റവും പിന്നെ സമ്പന്നമായ രാജ്യങ്ങളുടെ പോളിസികളെയൊക്കെ ഇവൻ കാനഡയെ ഒക്കെ പിന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാവുന്നതാണ് അത്തരത്തിൽ രാജ്യങ്ങളുടെ പോളിസികളെ വലിയ പിന്നെ സംഘടനകളുടെ പിന്നെ പോളിസികളെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിലേക്കുള്ള പിന്നെ പ്രവർത്തന പരിപാടികളും ആശയങ്ങളും ഒക്കെ ആയിട്ട് പുറത്തു വരുന്ന ഓർഗനൈസേഷനുകളാണ് ഇത്തരത്തിലുള്ള കൺസർവേഷൻ അഡ്വെന്റ് ഓർഗനൈസേഷൻ പിന്നെ റിക്രൂട്ട്മെന്റ് ഓർ പ്ലേസ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അത് പിന്നെ മനുഷ്യരെ ഓർഗനൈസേഷനിലേക്ക് എത്തിക്കാനുള്ള അല്ലെ മനുഷ്യരെ പിന്നെ ഒരുമിച്ച് കൂട്ടിയെടുക്കുവാനുള്ള ആളുകളെ പിന്നെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന അത്തരത്തിലുള്ള ഓപ്പറേഷനുകളിൽ പിന്നെ ഏർപ്പെട്ടിരിക്കുന്ന ഓർഗനൈസേഷനുകളാണ് പിന്നെ റിക്രൂട്ട്മെന്റ് ഓഫ് പ്ലേസ്മെന്റ് ഓർഗനൈസേഷൻസ് ഈ പറ അവരിപ്പോ അവരാളുകളെ വിളിച്ചു കൂട്ടുന്നതും അവരാളുകളെ കൂടെ കൂട്ടുന്നതും ഒക്കെ ഒരു പക്ഷേ പലതരത്തിലുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാവാം പല അതിൽ പലതും ഈവൻ നോൺ പ്രോഫിറ്റ് ആവാം ഒരു ഒരു ഒരു ഗ്രേറ്റർ കോസിന് വേണ്ടി ആളുകളെ പിന്നെ കൊണ്ടുവരാൻ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഓർഗനൈസേഷൻസ് ഒക്കെ ആ കൂട്ടത്തിൽ വരും പിന്നെ റിലീഫ് ആൻഡ് എമർജൻസി പിന്നെ ഓർഗനൈസേഷനും ഉണ്ട് അവ ആ പേര് പറയുന്ന പോലെ തന്നെ എമർജൻസി സിറ്റുവേഷനുകളെ പിന്നെ നേരിടാൻ വേണ്ടിയിട്ട് വളരെ ഡൈനാമിക് ആയിട്ട് ഉണ്ടായി വരുന്ന ഓർഗനൈസേഷൻ അതുപോലെ പിന്നെ നിരന്തരം ഉണ്ടായി വരുന്ന എൻവയോൺമെന്റ് അല്ലെങ്കിൽ പിന്നെ ഡിസാസ്റ്ററുകളെ ചലഞ്ചസിനെ നേരിടാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടായി വരുന്ന ഓർഗനൈസേഷനുകളായിട്ട് കാണാൻ കഴിയും അപ്പൊ ഇത്തരത്തിലൊക്കെ സോഷ്യൽ സിസ്റ്റങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഓർഗനൈസേഷനെ കാണാൻ കഴിയും ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രോഫിറ്റ് നോ ഫോർ പ്രോഫിറ്റ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഓർഗനൈസേഷനുകളെ കാണാൻ കഴിയും ഈ ഈ ഓർഗനൈസേഷനുകളെ ഈ പറഞ്ഞ തരത്തിൽ നമ്മൾ വേർതിരിക്കുന്നത് പലപ്പോഴും ഇവയുടെ അകത്ത് നടക്കുന്ന പ്രോസസ്സുകൾക്ക് ഇവയുടെ അകത്തുള്ള പവർ റിലേഷനുകൾക്കൊക്കെ പിന്നെ വലിയ വ്യത്യാസങ്ങൾ പരസ്പര വ്യത്യാസങ്ങൾ കാര്യമായിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ അവയെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഓർഗനൈസേഷനുകളുടെ കാര്യത്തിലെ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നതാണ് അതായത് ഹയറാർക്കിയുടെ ഇപ്പോൾ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന സയൻസിനെ പറ്റി പറയുമ്പോൾ പിന്നെ തോമസ് കുന്നൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാടാണ് അത് നമ്മൾ പിന്നെ ഒബിയുടെ ചരിത്രം കുറച്ചു മുമ്പേ എടുത്തപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ട ഓരോ കാലഘട്ടത്തിലും ഏറ്റവും പ്രധാനം എന്ത് ഏറ്റവും പ്രധാനമല്ലാത്തത് എന്ത് എന്ന് കാണുന്നതിൽ നിന്ന് സഡൻ ആയിട്ടുള്ള ഷിഫ്റ്റ് മറ്റൊന്നിലേക്ക് വരുന്നതിനെയാണ് പൊതുവിൽ നമ്മൾ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് അത് പിന്നെ സയൻസിൽ അങ്ങനെ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ട് എന്ന വാദവും അങ്ങനെ ഒരു പാരഡൈം ഷിഫ്റ്റ് അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ള വാദവും പിന്നെ സയൻസിൽ ഫിലോസഫി സയൻസിൽ വളരെ കാര്യമായിട്ടുള്ളതാണ് എന്തായാലും പിന്നെ ഓർഗനൈസേഷനുടെ കാര്യത്തിൽ നടക്കുന്ന പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആദ്യം കണ്ട പോലെയാണ് അതായത് ഓർഗനൈസേഷനുകളെ മനുഷ്യരായി കാണുന്ന രീതി സോറി മനുഷ്യരായിട്ട് കാണാത്ത രീതിയിൽ ഒരു ഒരു പാരഡൈമാണ് കുറെ കാലം അത് മുന്നോട്ട് പോകും അതിനുശേഷമാണ് പിന്നെ ഓർഗനൈസേഷനുകളെ മനുഷ്യരുടെ കൂട്ടമായിട്ട് കാണുകയും മനുഷ്യരുടെ ശേഷം ഈ പറഞ്ഞ പോലെ വർക്കിന്റെ സ്വഭാവത്തെ തന്നെ റീഡിഫൈൻ ചെയ്യുന്ന തരത്തിലേക്ക് ഓർഗനൈസേഷനുകളെ പണ്ട് നമ്മൾ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഡൈവേഴ്സ് ആയിട്ടൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു പാരഡൈം ഉണ്ടാവുന്നത് ഇത്തരത്തില് പലതരം പാരഡൈമുകൾ ആ ഓർഗനൈസേഷനുകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ കാണുന്ന രീതിയിൽ ഉണ്ടായി വരുന്നുണ്ട് ഒരു സോഷ്യൽ എൻറ്റിറ്റികളായ അപ്പോൾ സോഷ്യൽ സിസ്റ്റങ്ങളായിട്ട് ഓർഗനൈസേഷനെ കാണുന്നത് കൊണ്ട് തന്നെ ഈ ഓർഗനൈസേഷനുകളൊക്കെയും ഓരോ കാലഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ ചേഞ്ചസ് അല്ലെങ്കിൽ ലോകത്ത് മൊത്തത്തിൽ ഡെവലപ്മെന്റ് പോലെയുള്ള കാര്യങ്ങളെ ലോകം എങ്ങനെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ഓർഗനൈസേഷനുകളെ സംബന്ധിക്കുന്ന പാരഡൈമുകൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ പിന്നെ ഈ പാരഡൈം ഷിഫ്റ്റിന്റെ വരെ പാരഡൈമുകളെ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ കാലഘട്ടങ്ങളെ പഠിക്കുന്നതിനകത്ത് പിന്നെ ഈ പെർഫോമൻസിനെ ഇവ എങ്ങനെ കാണുന്നു ഈ ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് എന്ന കാഴ്ചപ്പാട് ഈ അടുത്ത കാലത്തുണ്ടായി വന്നാണ് ഒരു കാലത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ ആയിരുന്നു മനുഷ്യർ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ കാണുന്ന രീതി അതുപോലെ മാനേജ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിന് ഇതിനെ നമ്മൾ ലീഡർഷിപ്പ് എന്നാണ് പൊതുവിൽ ഡിഫൈൻ ചെയ്യുക ഈ ലീഡർഷിപ്പിന്റെ റോളിനെ കാണുന്ന രീതി ഈ കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പാരഡൈം ഷിഫ്റ്റ് ബാധകമാണ് അതുപോലെ ഓർഗനൈസേഷനുകളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒബിയുടെ മറ്റൊരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആണ് ഒരു ഒരു ഓർഗനൈസേഷന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ പുറത്തേക്ക് തരേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഓർഗനൈസേഷനിലെ പലതരത്തിൽ കാണാൻ കഴിയും അപ്പൊ അതിനകത്ത് പിന്നെ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ എക്കോണമിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് തരത്തിൽ നമുക്ക് എടുക്കാവുന്ന പൊതുവെ നമ്മൾ ഈ കമ്പനികളൊക്കെ പറയുന്നത് അത് പിന്നെ വെൽത്ത് ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ കൂടുതൽ പണം ഉണ്ടാക്കുക ഉണ്ടാക്കുന്ന പണത്തെ വീണ്ടും ഈ മാർക്കറ്റിന്റെ ഭാഗമായിട്ട് പിന്നെ പണവും ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻസിലേക്ക് ഏർപ്പെടുക എന്ന തരത്തിലൊക്കെ പ്രൊഡക്റ്റീവ് ഓർ എക്കണോമിക് ആയിട്ടുള്ള ഔട്ട്പുട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട് മെയിൻ്റനൻസ് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇപ്പൊ ഇന്ത്യയിലേക്ക് രീതിയിൽ പൊതുവെ ഈ മെയിൻ്റനൻസ് ഓർഗനൈസേഷൻസ് മിക്കതും ഗവൺമെന്റുകളാണ് ട്രഡീഷണലി കൈകാര്യം ചെയ്തു പോകുന്നിരുന്നത് പിന്നീട് അടുത്ത കാലത്തൊക്കെ ആ മെയിൻ്റനൻസ് ഓർഗനൈസേഷനുകളെ കുറെയൊക്കെ പ്രൈവറ്റൈസ് ചെയ്യുകയും അവയുടെ അകത്തേക്ക് നേരത്തെ പറയുന്ന പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ എക്കണോമിക് ആസ്പെക്റ്റുകൾ കടന്നു വരികയും ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ജനങ്ങൾക്ക് പലതരത്തിലുള്ള സർവീസസ് കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഒക്കെ ഈ പറഞ്ഞ മെയിൻ്റനൻസ് ഓർഗനൈസേഷൻസ് കൂട്ടത്തിൽ വരുന്നതാണ് പിന്നെയുള്ള ഒരു കൂട്ടം അഡാപ്റ്റീവ് ഓർഗനൈസേഷൻസ് ആണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ റിസർച്ച് പോലെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം പുതിയ അറിവ് സമ്പാദിക്കാൻ പുതിയ അറിവ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓർഗനൈസേഷനുകൾ പലപ്പോഴും പിന്നെ ഗ്ലോബലൈസേഷന്റെ ഒരു കാലഘട്ടത്തിൽ ഈ പ്രൊഡക്റ്റീവ് ഓർ എക്കണോമിക് ഓർഗനൈസേഷനുകളുടെ അകത്ത് തന്നെ ഈ പറഞ്ഞ അഡാപ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ നോളജ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള പിന്നെ സബ് ഓർഗനൈസേഷനുകൾ തന്നെ ഉണ്ടാവാറുണ്ട് വലിയ കോർപ്പറേറ്റുകൾക്കൊക്കെ റിസർച്ച് വിങ്ങുകൾ ഉണ്ടാവുന്നു ഈ റിസർച്ച് വിങ്ങുകൾ അവർക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ഗുണപ്രദമായിട്ടുള്ള നോളജ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതും ഒക്കെ ഈ പറഞ്ഞ അഡാപ്റ്റീവ് ഓർഗനൈസേഷനുകളുടെ കൂട്ടത്തിൽ വരാവുന്നതാണ് മറ്റൊന്ന് മാനേജീരിയൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഉണ്ട് അവയ്ക്ക് അവയുടെ ലക്ഷ്യം തന്നെ പിന്നെ എന്താ പറയുക കൺഫിഡൻസുകൾ ഉണ്ടാക്കുക റിസോഴ്സുകളുടെ അലോക്കേഷൻ പോലുള്ള കാര്യങ്ങളിൽ പിന്നെ തീരുമാനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊക്കെ ഉള്ളതാണ് പലപ്പോഴും പല സർക്കാർ സ്ഥാപനങ്ങളും നമ്മൾ ട്രഡീഷണലി സർക്കാർ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന പലതും മാനേജർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആണ് അതുപോലെ ലേബർ യൂണിയനുകള് ലോബിയും ഗ്രൂപ്പുകൾ പോലെയുള്ളവയൊക്കെ ഇത്തരത്തിൽ മാനേജ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിന്റെ ഭാഗമാണ് ഇനി പിന്നെ ഒബിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് ഒബിയുടെ തന്നെ ഒരു ഹോളിസ്റ്റിക് വ്യൂ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ അടുത്ത കാലത്തുണ്ടായി വന്ന ഒരു കാഴ്ചപ്പാട് കൂടിയാണ് ഈ ഹോളിസ്റ്റിക് ആയിട്ടുള്ളത് നേരത്തെ നമ്മൾ വ്യക്തിയെ നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയി എന്ന തരത്തിൽ കാണാതെ ഹോൾ പേഴ്സണെ കാണണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒ ബിയിലെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് കൊണ്ടുവരാനുള്ള ശ്രമം അതായത് പിന്നെ ഒരു ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ അതിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടിനെ മാത്രം എടുക്കാതെ അതിന്റെ പ്രസക്തി എന്താണ് അത്ര ഒരു ഓർഗനൈസേഷന് പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ ഒരു പക്ഷെ നമ്മളിപ്പോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നമുക്കായിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷന് പ്രവർത്തിക്കാൻ കഴിയുക അത് ഈ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനകത്തേക്ക് എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ തരാൻ കഴിയുക അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയെ മെച്ചപ്പെടുത്തുന്നതിന് കൂടി ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് പിന്നെ ഇടപെടാൻ കഴിയുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു ഹോളിസ്റ്റിക് വ്യൂ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന അതിനുള്ള ഒരു ഒരു പിന്നെ ശ്രമം അത് അത് വളരെ റീസെന്റ് ആയിട്ടാണെങ്കിലും മോബിയില് പിന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇത്തരത്തില് പിന്നെ nature of people and nature of organisations അതിനകത്ത് തന്നെ പീപ്പിൾ എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്ന കുറേയേറെ കാര്യങ്ങൾ ഓർഗനൈസേഷനെ സംബന്ധിച്ച് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ പാരഡൈം ഷിഫ്റ്റുകൾ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തെയും പറ്റിയുള്ള പഠനങ്ങൾ ഓർഗനൈസേഷൻ ഔട്ട്പുട്ടുകളുടെ കാര്യത്തിലുള്ള പഠനങ്ങൾ അതുപോലെ ഹോളിസ്റ്റിക് അപ്രോച്ചിന്റെ അടിസ്ഥാനത്തിൽ ഓർഗനൈസേഷൻ ബിഹേവിയറിനെ മൊത്തത്തിൽ കാണാനുള്ള ശ്രമം ഇവയൊക്കെ ഒ ബിയുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിൽ വരുന്ന കാര്യങ്ങളാണ് ഈ sorry, of organisations organizations, short term intercultural organisations and long term development organisation അതൊന്നുകൂടൊന്ന് ക്ലിയർ ആക്കാമോ ഈ short term or intercultural organisation എന്ന് പറയുന്നത് പിന്നെ മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇത് പിന്നെ ഒ ബിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പിന്നെ ഓർഗനൈസേഷനുകളുടെ കൃത്യമായ പിന്നെ ഡെഫിനേഷൻ അല്ല മറിച്ച് ഫണ്ടമെന്റൽ കൺസെപ്റ്റുകൾ പിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസേഷനുകളെ പിന്നെ ക്ലാസിഫൈ ചെയ്യുന്ന ശ്രമമാണ് ഇതിനകത്തേക്ക് നമ്മൾ നമ്മൾ ട്രഡീഷണലി കാണുന്ന നമ്മുടെ പിന്നെ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനികളൊക്കെ ഒരു പക്ഷേ ഇതിനകത്ത് വരുന്നുണ്ടാവില്ല അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ short time or intercultural organisation എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലത്തേക്ക് ഒരുമിച്ച് കൂടുന്ന തരം ഓർഗനൈസേഷനുകളാണ് ഇപ്പോൾ നമ്മുടെ പിന്നെ ഒക്യുപൈ വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്ന സാധനം അപ്പോ പിന്നെ ഈ ഓക്യുപൈ വാൾ സ്ട്രീറ്റ് അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പിന്നെ ഓഹരി ഓഹരിയിലൊക്കെ പിന്നെ പിന്നെ ശ്രദ്ധയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെഡിറ്റ് വഴി ആളുകൾ ഈ ഷോർട്ട് സെല്ലിംഗ് നടത്തുന്ന ഹെഡ്ജ് കമ്പനികളെ മുട്ടുകുത്തിക്കുന്ന ഒരു പരിപാടി ചില ഗെയിം ഷെയറുകളുടെ ഇത് എണ്ണമൊക്കെ സോറി ഗെയിം ഷെയറുകളുടെ വാല്യൂസ് വർദ്ധിപ്പിക്കാനായിട്ട് പിന്നെ നടത്തിയ ഒരു ഒരു പിന്നെ മൂവ്മെന്റ് അതൊരു പിന്നെ വളരെ ഡൈനാമിക് ആയിട്ട് ഉണ്ടായി വരുന്ന ഇൻഡിവിജ്വൽസിന്റെ ഒരു കൂട്ടമാണ് അതിന് പിന്നെ ഒരു പ്രത്യേക സ്ഥലത്തെ മനുഷ്യരൊന്നുമല്ല ഒരു പ്രത്യേക മേഖലയിൽ ഒരു പ്രത്യേക വിഷയത്തിൽ താല്പര്യമുള്ള ആൾക്കാർ അവർക്ക് അവൈലബിൾ ആയ ഒരു പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കൂടുകയും ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക പിന്നെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുകയാണ് ഓരോരുത്തർക്കും അതിനകത്ത് പിന്നെ ചെയ്യാനുള്ള പിന്നെ എന്താ പറയുക bits and piece of work ഉണ്ടാവും അവർ ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ പരമാവധി നിങ്ങളുടെ നിങ്ങൾക്കറിയാവുന്ന ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പുകളിൽ പോയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ ആൾക്കാരെ പിന്നെ എന്താ പറയുക പിന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനും അത് ചെയ്യാനുണ്ടാവും ഓരോ ഇൻഡിവിജ്വലും അവനവന്റെ വെൽ ഡിഫൈൻഡ് റോളുകൾ ചെയ്യാറുണ്ട് പലപ്പോഴും ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ട്രോള് ആക്രമണങ്ങൾ പോലും ഈ കൂട്ടത്തിലേക്ക് പെടുത്താവുന്നതാണ് ഇവരൊക്കെ ഇവരൊന്നും ലോങ് ടൈം ഗോൾസിന്റെ പേരിൽ നടക്കുന്നതല്ല പെട്ടെന്ന് ഡൈനാമിക് ആയിട്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഒത്തു കൂടുകയും പിന്നെ ആൾക്കൂട്ടങ്ങളെ ഇവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവ ഇതിനകത്ത് ആൾക്കൂട്ടത്തിൽ ഒരു ഇൻഡിവിജ്വൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല ആൾക്കൂട്ടത്തിന്റെ ഭാഗമായാൽ മതി പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഷോർട്ട് ടേം പിന്നെ അല്ലെങ്കിൽ ഇന്റർകൾച്ചറൽ കൂട്ടത്തിൽ വരുന്ന ഒരാൾ ഓരോരുത്തർക്കും സ്വന്തം റോൾസ് ഉണ്ടാവും ഡിഫൈൻ വെൽ ഡിഫൈൻഡ് റോൾസ് ഉണ്ടാവും അവർ ഓരോരുത്തരും അത് ഡിഫൈൻ ചെയ്ത് ചെയ്യുന്ന ഈ റോൾസ് അവർ നിറവേറ്റുകയും ചെയ്യും എന്നാൽ ഇത് ലോങ് ടൈമിലുള്ള ഇതൊരു മൂവ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ന തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതിലേക്ക് പോവില്ല അത്തരത്തിലുള്ള പിന്നെ ക്യാമ്പയിനുകളും ഇത്തരം സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ ഷോർട്ട് ടൈം ഇന്റഗ്രൽസ് ഓർഗനൈസേഷനുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ് മറ്റൊന്ന് പിന്നെ ലോങ് ടൈം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വെച്ചാൽ ആ പിന്നെ ഡെവലപ്മെന്റ് എന്ന വാക്കിൽ പറയുന്ന അല്ലെങ്കിൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ പിന്നെ ഓർഗനൈസേഷൻസും മറ്റുമൊക്കെ ഉണ്ട് അപ്പൊ അവർ പലപ്പോഴും അവരുടെ കയ്യിലുള്ള സ്കിൽ സെറ്റുകൾ അവരുടെ കയ്യിലുള്ള റിസോഴ്സുകൾ ഒരു ഒരു ഒരു പ്രത്യേക പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യത്തിനായിട്ട് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ എംപവർ ചെയ്യാനായിട്ട് അവരുടെ സ്കിൽ ഡെവലപ്മെന്റിനായിട്ടൊക്കെ ഇമ്പാർട്ട് ചെയ്യുന്ന പിന്നെ ഒരു മോഡസ് ഓപ്പറാൻഡിയുള്ള ഉള്ള സ്ഥാപനങ്ങളെയാണ് ഈ പറഞ്ഞ ലോങ് ടൈം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻസ് എന്ന് വിളിക്കുക ഇത് പിന്നെ അവിടെ ഷോർട്ട് ടൈം ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റേതിന്റെ ഓപ്പോസിറ്റ് ആണെന്നല്ല